വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുക ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബത്തിൽ നിരവധി പ്രാവശ്യങ്ങൾ കടന്നു വന്ന ദീർഘവർഷങ്ങളായിട്ട് ദൈവം തന്ന ഒരു ആത്മീയ ബന്ധമാണ് ആ ബന്ധം ഇന്നയോളം നിലനിർത്തുവാൻ കർത്താവ് സഹായിക്കുന്നു നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിന്റെ ദാസൻ തുടർന്നുള്ള സമയങ്ങൾ ശുശ്രൂഷിക്കും പ്രാർത്ഥനയോടെ ആയിരിക്കും കർത്താവിന്റെ ധനിമീര നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ അങ്ങേയറ്റം ബഹുമാന്യരും ആദരണീയരുമായ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു ഓഡിയോ കറക്റ്റ് ആണോ കേൾക്കാമോ വോളിയം വോളിയം കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓക്കെ ആണല്ലോ അല്ലേ ഓക്കെ ആണല്ലോ ഓക്കെ വിശേഷിച്ച് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനാ സംഗമം എന്ന വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കെ പി ജോസ് പാസ്റ്ററെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന പാസ്റ്റർ ജയലാൽ ലോറൻസ് മറ്റ് വിവിധ ഇടങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ദൈവദാസന്മാർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ആരുടെയെങ്കിലും വിട്ടുപോയാൽ അത് പ്രയാസമാണെന്നുള്ളത് കൊണ്ടാണ് പേര് പറയാത്തത് കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ വാസ്തവത്തിൽ ഒരു വലിയ സംഘർഷത്തിലായിരുന്നു എന്ത് സംസാരിക്കണം എന്നുള്ള ഒരു സംഘർഷം മെസ്സേജ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഏത് പറയണമെന്നുള്ള ഒരു സംഘർഷം എന്നാലും ഈ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ ഇളക്കി മറിച്ച ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിശ്ചയം ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യും ചിലരെ ചില നിയോഗങ്ങളിലേക്ക് കർത്താവ് നയിക്കും ഒരു പക്ഷെങ്കിൽ അതൊരു ഭയങ്കര ഒരു റിവൈവൽ മോഡിലൊന്നും ആയിരിക്കുകയില്ല പക്ഷേ ചിലരുടെ കാഴ്ചപ്പാടുകളെ ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പം വെളിപ്പാട് പുസ്തകത്തെ മൂന്ന് ഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം ഒന്ന് നീ കണ്ടത് ഇപ്പോഴുള്ളത് വരുവാനുള്ളത് അങ്ങനെയാണ് യോഹനോട് കർത്താവ് അങ്ങനെ പറഞ്ഞത് നീ കണ്ടത് ഇപ്പോഴുള്ളത് വരുവാനുള്ളത് അതിൽ നീ കണ്ടത് അവിടെ നിൽക്കട്ടെ വരുവാനുള്ളത് നിൽക്കട്ടെ ഇപ്പോഴുള്ളതിനോടുള്ള ബന്ധത്തിൽ യോഹന്നാന് കർത്താവ് കൈമാറ്റം ചെയ്ത ചില സന്ദേശങ്ങളുണ്ട് അത് പ്രധാനമായി രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ കിടക്കുന്നതാണ് അതായത് ഏഴ് സഭകൾ അവയ്ക്കുള്ള ഏഴ് ദൂതുകൾ നമുക്ക് ഈ ഏഴു സഭകൾ എന്ന് പറയുമ്പം ഓസ് Smyrna Pergamos Thyatira Sardis Philadelphia Laodicea ഇങ്ങനെയാണ് ഏഴ് സഭകൾ ഈ ഏഴ് സഭകളെക്കുറിച്ച് മൂന്ന് പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളുണ്ട് അതിലൊന്നാമത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് സമകാലിക കാഴ്ചപ്പാടാണ് സമകാലിക കാഴ്ചപ്പാട് അതായത് യോഹന്നാൻ എന്ന അപ്പോസ്തോലൻ്റെ കാലഘട്ടത്തിൽ ആ സെയിം ടൈമിൽ നിലനിന്നിരുന്ന ഏഴ് സഭകൾ അതാണ് സമകാലിക കാഴ്ചപ്പാട് അപ്പോൾ തന്നെ അതിന് മറ്റൊരു കാഴ്ചപ്പാടുണ്ട് അത് ഘടനാപരമായ കാഴ്ചപ്പാടെന്നുള്ളതാണ് അത് എല്ലാ കാലഘട്ടങ്ങളിലും നിലവിലുള്ള സഭകളോടുള്ള ദൂത് എന്നുള്ളതാണ് എന്നാൽ എനിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കാലഗണനാപരമായ ഒരു ലക്ഷ്യമാണ് കാലഗണനാപരമായ ലക്ഷ്യം വളരെ ശ്രദ്ധിച്ചോണേ കാലഗണനാപരമായ ലക്ഷ്യമെന്ന് പറയുമ്പം പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാവണം വരെയുള്ള സഭാ കാലയളവുകളെ ഏഴ് ഘട്ടങ്ങളായി തരംതിരിച്ചുകൊണ്ട് ആ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഒരു ഓരോ കൂട്ടരോട് സംസാരിക്കുന്ന ദൂത് ഇതാണ് കാലഗണനാപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കേറ്റവും ഇഷ്ടം അതാണ് അതായത് യോഹന്നാൻ അപ്പോസ്തോലന്റെ കാലഘട്ടത്തിലുള്ള സഭകളാണെങ്കിലും അതാത് സഭകളുടെ സ്വഭാവം സഭാകാലയളവുകളെ ഏഴായി തിരിച്ചാൽ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഒന്നാമത്തെ സഭ എഫ് എസ് ഓസ് അല്ലേ ആ എഫ് എസ് ഓസിന്റെ ഒരു കാലയളവുണ്ട് രണ്ടാമത്തെ സഭ സ്മുർണയല്ലേ ആ സ്മുർണയുടെ ഒരു കാലയളവുണ്ട് മൂന്നാമത്തെ സഭ പെർഗമോസ് അല്ലേ ആ പെർഗമോസിന്റെ ഒരു കാലയളവുണ്ട് നാലാമത്തെ സഭ തുയത്തൈരയുണ്ട് അതിൻ്റെ ഒരു കാലയളവുണ്ട് ഇങ്ങനെ സർദീസിൻ്റെയും ഫിലദൽഫിയയുടെയും ലവോദിക്കയുടെയും കാലയളവുണ്ട് ഈ കാലയളവുകളെ കൃത്യമായി വേദപണ്ഡിതന്മാർ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട് എൻ്റെ കാഴ്ചപ്പാടിലല്ല വേദപണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടിൽ കൃത്യമായി ആ കാലയളവുകളെ അവർ തരംതിരിച്ചിട്ടുണ്ട് ഞാൻ വൈ എസ് എക്കിയൽ സാറിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു ഒരു ഒരു ഡിവിഷൻസ് ഞാനൊന്ന് പറയാൻ പോവാ കാലത്തിന്റെ ഡിവിഷൻസ് അദ്ദേഹം പറയുന്നത് മറ്റു പല കമൻട്രികളിലും ഞാനത് കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എഫ് എസ് ഓസ് സഭയുടെ കാലയളവെന്ന് പറയുന്നത് പെന്തക്കോസ്റ്റ് മുതൽ എ ഡി നൂറ്റി എഴുപത് വരെയുള്ള കാലയളവാണെന്നാണ് സ്മുർണയുടെ കാലയളവ് നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള കാലയളവാണെന്നാണ് പെർഗമോസിന്റെ കാലയളവ് എ ഡി മുന്നൂറ്റി പതിമൂന്ന് മുതൽ എ ഡി അറുന്നൂറ്റി ആറ് വരെയുള്ള കാലയളവാണെന്ന് അത് കഴിഞ്ഞാൽ തുയത്തൈരയുടെ കാലയളവാണ് എ ഡി അറുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള കാലയളവ് പിന്നീടുള്ളത് സർദീസിന്റെ കാലയളവാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള കാലയളവ് പിന്നീട് വരുന്നത് ഫിലദൽഫിയയുടെ കാലയളവാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലയളവ് പിന്നീട് വരുന്നത് ലബോദിക്ക പീരീഡാണ് ആയിരത്തി തൊള്ളായിരം മുതൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ അഥവാ സഭയുടെ ഉൽപ്രാമണം വരെ ഈ ഭൂമിയിൽ തുടരുന്ന കാലയളവാണ് ഈ ലബോദിക്ക കാലയളവ് ഇനി ഞാൻ അതിൻ്റെ സ്വഭാവം പറയാം നിങ്ങളെ വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ നിൽക്കുമല്ല വെളിപ്പാട് പുസ്തക പഠനമല്ല വിഷയം പക്ഷേ എൻ്റെ ടോപ്പിക്കിൽ കയറണമെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് പറയണം അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എനിക്കറിയാം ധാരാളം ദൈവദാസന്മാരുണ്ട് നിങ്ങൾ നോട്ട് ചെയ്തോ ഇത് ജനത്തോട് പറയേണ്ട മെസ്സേജാണ് ജനം അറിയേണ്ട മെസ്സേജാണ് ഇതിനകത്ത് അല്പം പോലും എന്താ പറയുന്നത് ഗ്യാസ് കയറ്റത്തില്ല സ്വാഭാവികമായി ഞാനങ്ങനെ ചെയ്യുന്നയാളല്ല ഇതിനകത്ത് അല്പം പോലും കച്ചി അടിക്കത്തില്ല പറയാൻ വളരെ ഗൗരവമേറിയ ഒരു മെസ്സേജാണുള്ളത് അതുകൊണ്ട് ഈ പ്രാരംഭ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മുഴുവൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ആ ടോപ്പിക്കിനകത്തോട്ടൊന്ന് എൻ്റർ ആകട്ടെ അതിനുവേണ്ടി പറയുക ഓക്കെ ഇനി ഞാൻ എന്തുകൊണ്ട് ഈ കാലയളവുകളെ തരംതിരിക്കുന്നു എന്ന് ഞാൻ പറയാം ഈ എഫ് എസ് ഓസ് സഭയുടെ കാലയളവ് എന്ന് പറയുമ്പോൾ അപ്പോസ്തോലിക കാലയളവാണ് അപ്പോസ്തോലന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലയളവ് ആദിമസഭ സ്മുർണയുടെ കാലയളവെന്ന് പറയുന്ന അത് പീഡിത സഭയാണ് അതായത് ഉലക ചരിത്രത്തിൽ സഭ ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെട്ട കാലമാണ് സ്മുർണയുടെ കാലഘട്ടം എന്നാൽ മുന്നൂറ്റി പതിമൂന്നിൽ ഈ സ്മുർണ അവസാനിച്ചു അതായത് പീഡിത കാലഘട്ടം അവസാനിച്ചു അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ മുന്നൂറ്റി പതിമൂന്നിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതപരിവർത്തനം നടത്തിയതോടുകൂടി പീഡിത സഭ രാജകീയ സഭയായി രാജാവിൻ്റെ മതം രാജകീയ മതമാണ് രാജകീയ മതമായി പീഡിത സഭ പെട്ടെന്ന് നിറം മാറി രാജകീയ മതമായി രാജാവിൻ്റെ മതമായി ക്രൈസ്തവ മതം മാറിയതോടുകൂടി സകലവിധ അനാചാരങ്ങളും ദുരാചാരങ്ങളും സഭയ്ക്കകത്തേക്ക് നിരങ്ങിക്കേറി അതാണ് പെർഗമോസിൻ്റെ കാലം അത് അറുന്നൂറ്റി ആറ് വരെ തുടർന്നു പിന്നീടുള്ളത് എന്ന് പറയാം ഇന്ന് നിലവിൽ കാണുന്ന സകല അബദ്ധ ഉപദേശങ്ങളും ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് പടർന്നു കയറിയ ചരിത്രം അതാണ് തുയത്തൈരയുടെ ചരിത്രം തുയത്തൈരയുടെ ചരിത്രം അറുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് വരെ അത് തുടർന്നു ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഈ ഫേസ്ബുക്ക് ലൈവ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ പടർന്നു കയറിയ ഈ അബദ്ധോപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് ഞാൻ നേരത്തെ പറയുന്നു സ്തോത്രം ഇനിയും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മുതലുള്ള കാലം അബദ്ധങ്ങളെ സഭ തിരുത്തി തുടങ്ങിയ കാലമാണ് നമുക്കറിയാം മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ കാലം തൊണ്ണൂറ്റിയാറ് കണ്ണികകളുള്ള പ്രബന്ധം തീസീസ് എഴുതി ദേവാലയത്തിന്റെ ഭിത്തിമേൽ പതിച്ചിട്ട് ആ സംവിധാനത്തെ വിട്ട് മാർട്ടിൻ ലൂതർ ഇറങ്ങിയ കാലഘട്ടം അബദ്ധങ്ങൾക്കെതിരെ സഭ തിരിഞ്ഞു നിന്ന കാലഘട്ടം അതാണ് സർദീസിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ സഭയിൽ നിരുന്ന് നിലനിന്നിരുന്ന ചില അബദ്ധങ്ങൾ ഞാൻ പറയാം പാപമോചന ചീട്ടുൾപ്പെടെ പാപമോചന ചീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്തിട്ട് നേരെ പള്ളിയിലോട്ട് ചെന്നാൽ മതി രണ്ട് രൂപ കൊടുത്ത് അഞ്ച് രൂപ കൊടുത്ത് ഒരു ചീട്ടെടുത്താൽ പാപം മോചിക്കുമെന്ന് പറയുന്ന പാപമോചന ചീട്ട് ഉൾപ്പെടെയുള്ള അനാചാരങ്ങളും അബദ്ധങ്ങളുമൊക്കെ സഭയ്ക്കകത്ത് കിടന്ന ഒരു കാലഘട്ടം അവിടെയാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പാപമോചന ചീട്ടെടുത്ത് പാപം മോചിക്കപ്പെടുമെന്നല്ല വിശ്വാസത്താൽ ജീവിക്കും അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുക അതാണ് സർദീസിൻ്റെ കാലഘട്ടം അടുത്ത സഭാകാലയളവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം വരെയുള്ള കാലയളവാണ് ഉണർവിൻ്റെ കാലഘട്ടം ലോകം കണ്ടതിൽ പറ്റ ഏറ്റവും ശക്തിയേറിയ ഉണർവ് John Wesley Charles Finney D L Moody C H Spurgeon അങ്ങനെ അങ്ങോട്ട് തുടങ്ങി മഹാരഥന്മാരായ അഭിഷക്തന്മാരെ സഭയ്ക്ക് ദൈവം നൽകിയ സഭയിൽ ദൈവം എഴുന്നേൽപ്പിച്ച കാലഘട്ടം അതാണ് ഈ ഫിലദൽഫിയയുടെ കാലയളവെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം മുതൽ ആരംഭിച്ച കാലയളവാണ് ലബോദിക്ക കാലയളവ് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണാവസ്ഥ ശീതോഷ്ണാവസ്ഥ ഉമിണ്ണു കളയുവാൻ വളരെ സാധ്യതയുള്ള ഒരു കാലയളവ് ഇങ്ങനെയാണ് ഈ കാലഗണനാപരമായ ആ ഉദ്ദേശമെന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്കിതിനെ തരംതിരിക്കാൻ പഠി കഴിയുന്നത് ഇതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം ഇപ്പം എൻ്റെ ചിന്ത കിടക്കുന്നത് അവിടെ എങ്ങുമല്ല എൻ്റെ സഹോദരങ്ങളെ ഈ ഓരോ സഭകൾക്കും അതായത് Ephesus Smyrna Pergamos Thyatira Sardis Philadelphia Laodicea ഈ ഏഴ് സഭകൾക്കും ദൂത് എഴുതുമ്പം ആ ഏഴ് സഭകളുടെ ദൂതിൻ്റെയും പ്രഥമഘട്ടത്തിൽ കർത്താവ് തന്നെക്കുറിച്ച് നൽകുന്ന ഒരു വെളിപ്പാടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ ലേഖനങ്ങളുടെ ആരംഭത്തിലും കർത്താവ് തന്നെക്കുറിച്ച് പറയുന്ന വെളിപ്പാടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തോ അല്ലാത്തവർ ശ്രദ്ധിച്ചോ ഇതാണ് എൻ്റെ മെസ്സേജ് ഓക്കെ ഇതാണ് എൻ്റെ മെസ്സേജ് സ്തോത്രം ഓക്കെ ഒന്നാമത്തെ സഭ എസ് ഓ സഭയോട് പറയുന്നത് എന്നാന്ന് നോക്കിയേ ഒന്നാമത്തെ വാക്യം നോക്കിയേ രണ്ടാമത്തെ ഒന്നാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് കണ്ടോ അതാണ് കർത്താവ് നൽകുന്ന ഒന്നാമത്തെ സഭയോടുള്ള വെളിപ്പാട് ഇതുപോലെ തന്നെ രണ്ടാമത്തെ സഭയോടും കർത്താവ് പറയുന്നുണ്ട് എട്ടാമത്തെ വാക്യം നോക്കി സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത് സ്വോത്രം ഇനി മൂന്നാമത്തെ സഭയിലേക്ക് നിങ്ങൾ വന്നേ പന്ത്രണ്ടാമത്തെ വാക്യം പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക മൂർച്ചയേറിയ തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത് ഇനി നാലാമത്തെ സഭയിലേക്ക് വന്നേ പതിനെട്ടാമത്തെ വാക്യം തുയത്തൈര സഭയുടെ ദൂതൻ എഴുതുക അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ളവൻ അരളി ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇനി അഞ്ചാമത്തെ സഭയിലേക്ക് വന്ന് മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം സർദീസിലെ സഭയുടെ എഴുതുക ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴാത്മാവും ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവുമുള്ളവൻ അരളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു ഇനി അത് കഴിഞ്ഞ് ഫിലദൽഫിയ സഭയിലേക്ക് വന്ന് വിശുദ്ധനും സത്യവാനും ദാബീദിന്റെ താക്കോലുള്ളവനുമായി അതാണ് ഭാഷ ജയിലാല് പാടിയത് ദാബീദ് ഗോത്രത്തിൽ സിംഹമായോൻ ദാബീദിൻ താക്കോൽ കയ്യിലുള്ളവൻ നീ തുറന്നാൽ അത് അടയ്ക്കുവതാര് നീ അടച്ചാൽ അത് തുറക്കുവതാര് സ്തോത്രം അപ്പം അത് ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത അതാ നമ്മൾ പാടിയേ സ്തോത്രം ഇനിയും ഏറ്റവും ഒടുവിൽ ലവോദിക്ക സഭയ്ക്ക് നൽകുന്ന ക്രിസ്തു വെളിപ്പാട് വിശ്വസ്തനും സത്യവാനും സാക്ഷിയുമായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അറിയി ചെയ്യുന്നത് ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭകൾക്ക് ഏഴ് ക്രിസ്തു വെളിപ്പാടുകളാണ് കർത്താവ് നൽകുന്നത് അതായത് സഭയ്ക്കുള്ള മെസ്സേജ് കർത്താവ് നൽകുന്നതിന് മുൻപ് ആ സഭകളോട് തന്നെക്കുറിച്ച് പറഞ്ഞു എനിക്ക് ഈ മെസ്സേജിൻ്റെ ആരംഭത്തിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവദാസന്മാരോടും ദൈവജനത്തോടും പറയുവാനുള്ള ഹൃദയപൂർവമായ വാക്കിതാണ് എൻ്റെ അഭിഷക്തന്മാരെ ദൈവമക്കളെ എൻ്റെ സഹോദരങ്ങളെ മാതാപിതാക്കളെ ഞാൻ ആത്മാവിൽ പറയാം നമുക്ക് എല്ലാ കാലത്തും വേണ്ടുന്ന വെളിപ്പാട് ക്രിസ്തു വെളിപ്പാടാണ് സ്വോത്രം മനസ്സിലാകുന്നവർ ഒരു ഹല്ലേലിയ പറഞ്ഞാട്ട് നമുക്ക് വേണ്ടുന്ന വെളിപ്പാട് ഏതാ ക്രിസ്തു വെളിപ്പാട് നിർഭാഗ്യവശാൽ പലർക്കും ഇന്ന് ഈ വെളിപ്പാടില്ല ക്രിസ്തു വെളിപ്പാടില്ല മറ്റു പലതിനെക്കുറിച്ചുമുള്ള വെളിപ്പാടാണ് ഉള്ളത് ക്രിസ്തു വെളിപ്പാടില്ല നമുക്ക് വേണ്ടുന്നത് വാസ്തവത്തിൽ ക്രിസ്തു വെളിപ്പാടാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത എല്ലാ അതുകൊണ്ട് സഭകളോട് സംസാരിക്കുന്നതിന് മുമ്പ് കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ മെസ്സേജിലേക്ക് വരാം എൻ്റെ പ്രിയരെ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള സ്തോത്രം വ്യത്യസ്തമായ ദൂതുകള് ഈ സഭകൾക്കെല്ലാം നൽകിയത് എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം ഇപ്പം ഞാൻ പ്രസംഗിച്ചാലും എനിക്ക് തോന്നുന്നു അടുത്തത് പാസ്റ്റർ എ ബി അയരൂരാണ് അപ്പം അതിനിടയിൽ മറ്റ് ദേവദാസന്മാരുണ്ട് ഞാൻ എബിച്ചാൻ്റെ പേര് കണ്ടതുകൊണ്ട് പറഞ്ഞതാ അപ്പം എബിച്ചാനും വന്ദനം പറഞ്ഞു തുടങ്ങുമ്പം കർത്താവിൻ്റെ ധന്യമേറി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ മിക്കവാറും ഏത് പ്രസംഗം കേട്ടാലും ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെല്ലാം മിക്കവാറും ഈ വന്ദനമായിരിക്കും പറയുന്നത് ചിലർ ഡയറക്റ്റ് വാക്യം വായിച്ചിട്ടാണേലും വന്ദനം പറയും അതങ്ങനെ അപ്പം നമ്മുടെ ഈ വന്ദനത്തിനൊരു പൊതു സ്വഭാവമുണ്ട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ പറയണം അത് അത് ഒരു ഒരു അപ്പോസ്തോലിക ശൈലിയാണ് വന്ദനം ചൊല്ലുന്നു സഭകൾക്ക് വന്ദനം ചൊല്ലുന്നു അപ്പോസ്ലമാർ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു വന്ദനമുണ്ട് ആശീർവാദമുണ്ട് എല്ലാ ലേഖനങ്ങളിലും നോക്കിയോ അപ്പം ഈ വന്ദനമെല്ലാം മിക്കവാറും ഏതാണ്ട് സമാനമായിരിക്കും പൗലോസിൻ്റെയൊക്കെ എഴുത്തുകളിലൊക്കെ ദൈവേഷ്ണത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തുവലായ പൗലോസ് എന്നൊക്കെ പറഞ്ഞാണ് പല ലേഖനങ്ങളും എഴുതിയിട്ടുള്ളത് അപ്പം വന്ദനത്തിനൊരു പൊതു സ്വഭാവമുണ്ട് പക്ഷേ ക്രിസ്തു സഭയ്ക്ക് വെളിപ്പാട് നൽകിയപ്പോൾ ഈ പൊതു സ്വഭാവത്തിലല്ല ഓരോ സഭയോട് ഓരോ വെളിപ്പാടാ പറഞ്ഞത് സ്വോത്രം അതെന്നെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് സഭകളുടെ അവസ്ഥ അനുസരിച്ച എൻ്റെ പ്രിയരെ ഈ ക്രിസ്തു വെളിപ്പാടിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ പൗലോസിൻ്റെ ഒരു വാക്കാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഉപേക്ഷിച്ച് ഛേദമെന്നെണ്ണുന്നു അപ്പം എല്ലാം വിട്ടുകളയാൻ പൗലോസിനെ പ്രേരിപ്പിച്ച പ്രേരണ എന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് സ്വോത്രം സ്വോത്രം സ്വോത്രം നമുക്ക് വേണ്ടുന്നത് ദാവീദിനെ കുറിച്ചുള്ള വെളിപ്പാടല്ല മോശമായതുകൊണ്ടല്ല നമുക്ക് വേണ്ടുന്നത് മോശയെക്കുറിച്ചുള്ള വെളിപ്പാടല്ല മോശ മോശമായതുകൊണ്ടല്ല നമുക്ക് വേണ്ടുന്നത് അബ്രഹാമിനെ കുറിച്ചുള്ള വെളിപ്പാടല്ല അബ്രഹാം മോശമായതുകൊണ്ടല്ല നമുക്ക് വേണ്ടുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് അതിന്റെ കാരണം എല്ലാവരെക്കാൾ ഉന്നതൻ ക്രിസ്തുവാണ് അതല്ലേ നമ്മൾ പാടുന്ന അവനൊപ്പം പറയാൻ ഒരാളില്ല അവനെ പോലെ ആരാധ്യൻ ആരുമില്ല എബ്രായ ലേഖനത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പതിമൂന്ന് വിധ ശ്രേഷ്ഠതകൾ സ്തോത്രം നമുക്ക് കാണാനായിട്ട് കഴിയും ആ ശ്രേഷ്ഠതകൾ എവിടുന്നാ തുടങ്ങുന്നതെന്ന് അറിയാമോ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ യേശു സകല മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു സകല യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ യേശു ആലയത്തെക്കാൾ ശ്രേഷ്ഠൻ യേശു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ അപ്പം മുഴുവൻ കാര്യങ്ങളും പറയുന്നത് ക്രിസ്തുവിലേക്ക് നോക്ക് ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ അപ്പം നമ്മുടെ ഫോക്കസ് എല്ലാം ആരിലാണ് നമ്മുടെ ഫോക്കസ് എല്ലാം നിൽക്കേണ്ടത് ക്രൈസ്റ്റിലാണ് ഹലലൂയ്യ സ്വോത്ര സ്വോത്ര സ്വോത്രം ഏ അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി വേറൊരു മനുഷ്യനുമില്ല വേറെ ആരുമില്ല ഉയർത്താൻ ഒരൊറ്റ നാമമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ് സ്വോത്രം സ്വോത്രം ഈ പഴയ സൺഡേ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് പലർക്കും അറിയത്തില്ല പല ചർച്ചകളിലും ആ സാധനം ഇല്ല സൺഡേ സ്കൂൾ കഴിയുന്ന ഉടനെ മുദ്രാവാക്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളവർക്കറിയാം അഖില ലോകരക്ഷിതാവ് യേശുമശിയായിക്ക് ജയ് ജയ് ജയ് വന്നവനും വരുമാനം ഇരിക്കുന്ന യേശു മഷിയായിക്കെ ജയ് ജയ് ജയ് അല്ലേ സൺഡേ സ്കൂളിന്റെ അവസാനത്തെ ടൈമിൽ സ്തോത്രകാഴ്ചയൊക്കെ ഇട്ട് ഒരു പാട്ടൊക്കെ പാടി ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ മുദ്രാവാക്യം പറയും സ്തോത്രം പല സഭകളിലും ഉപദേശിമാർക്കും ഈ മുദ്രാവാക്യം അറിയത്തില്ല പിള്ളേർക്ക് ഒട്ടുമേ അറിയത്തില്ല അപ്പനമ്മമാർക്ക് അത്രയും പോലും അറിയത്തില്ല ആ ഒരു സ്റ്റൈലാണ് ഇത് വാസ്തവത്തിൽ ഈ മുദ്രാവാക്യം എന്നൊക്കെ പറയുന്നത് കൊടി പിടിക്കാനൊന്നുമല്ല പിള്ളേരുടെ അകത്തോട്ട് ഈ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയരെ പറയേണ്ടത് പറയ ഇടത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സ്തോത്രം ഉള്ളിൽ കരുതേണ്ടതിനെ ഉള്ളിൽ കരുതാൻ പറ്റാതെ ആയിപ്പോ അതാ പ്രശ്നം അപ്പൊ നമ്മൾ ഉയർത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഗ്രഹിക്കേണ്ടത് കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ചാണ് ഓക്കെ ഞാൻ അതിന്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ് ഏഴു നക്ഷത്രം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യം ഒന്നാമത്തെ വാക്യം ഞാൻ ആ ക്രിസ്തു വെളിപ്പാട് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ വേറെ ഒന്നും പറയത്തില്ല നിങ്ങൾ എന്നോടൊപ്പം വരണം ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നട നടക്കുന്നവൻ അരളി ചെയ്യുന്നത് ക്രിസ്തു കുറിച്ച് പറയുകയാണ് ഞാൻ ആരാണ് ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരളി ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ കുരിശിൽ കാണുന്ന ക്രിസ്തു വെളിപ്പാടും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ക്രിസ്തു വെളിപ്പാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കുരിശിൽ കാണുന്ന ക്രിസ്തുവിന്റെ കയ്യിൽ ഏഴു നക്ഷത്രമല്ല കുരിശിൽ കാണുന്ന യേശുവിൻ്റെ കയ്യിൽ ആണിപ്പാടാണ് സ്തോത്രം നമ്മൾ അങ്ങനെയല്ലേ പാടുന്നത് ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു പണ്ട് കൺവെൻഷനുകളുടെയൊക്കെ ഓൾട്ടർ കോളിൻ്റെ ടൈമിൽ പാടുന്ന പാട്ടാണ് ഇപ്പം നമ്മൾ അതൊന്നും പാടാറില്ല മറന്നുപോയി അപ്പം ആണിപ്പാടുള്ള കൈ നീട്ടി നിന്നെ വിളിക്കുന്നു സ്തോത്രം ആണിപ്പാടുള്ള കൈയാണ് കുരിശിലെ കൈ പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കൈ ആണിപ്പാടുള്ള കൈയല്ല ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച കൈയാണ് കുരിശിലെ തലമുടി രക്തം വീണ് പിടിച്ച തലമുടിയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന തലമുടി രക്തം വീണ് കട്ട പിടിച്ച തലമുടിയല്ല വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന തലമുടി വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ള തലമുടിയാണ് ക്രൂശിൽ കാണുന്ന യേശുവിന്റെ കണ്ണ് വേദന നിറഞ്ഞ കണ്ണാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കണ്ണ് വേദനയുള്ള കണ്ണല്ല അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ശബ്ദം കുരിശിൽ കാണുന്ന ശബ്ദത്തിന് തുല്യമല്ല വ്യത്യസ്തമാണ് കുരിശിൽ അവസാനമായി പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു എന്നാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ആ ക്ഷീണിത സ്വരമല്ല പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം കുരിശിൽ കാണുന്ന സ്തോത്രം കർത്താവിന്റെ ശരീരം ഉഴവുചാല് പോലെ കീറപ്പെട്ടതാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കർത്താവിന്റെ ശരീരം ഉലവു ഉഴവുചാല് പോലെ കീറുന്നതല്ല മാറത്ത് പൊൻകച്ച കെട്ടിയ ആമൻ ശരീരമാണ് കുരിശിൽ കാണുന്ന കാലുകൾ ആണിപ്പാടുള്ള കാലാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഗന്നാന്റെ മുൻപിൽ കണ്ട പാദം ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമാണ് ഒരിടത്ത് കഷ്ടമനുഭവിച്ച ക്രിസ്തുവാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ മഹത്വധാരിയായ ക്രിസ്തുവ ഇതാണ് വ്യത്യാസം എന്നാ വ്യത്യാസം കുരിശിൽ കണ്ടത് കഷ്ടമനുഭവിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ അതുകൊണ്ട് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ രക്ഷാനായകന് കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമായി തോന്നി കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാണ് കുരിശിലെ യേശു എങ്കിൽ വെളിപ്പാടിൽ കാണുന്ന യേശു കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായിട്ടല്ല നിൽക്കുന്നത് മഹത്വധാരിയായിട്ടാണ് നിൽക്കുന്നത് അലലൂയ അങ്ങനെ ഒരു ഒരു ഒരു ചേഞ്ച് നമ്മുടെ ഒരു പാട്ടിനകത്തുണ്ട് മുൾമുടിയണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജ പൂർണനായിതാ അപ്പൊ കുരിശിൽ കണ്ടതാരെ മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ ഇനി എങ്ങനെ കാണാൻ പോകുന്നത് പൊൻകിരീടം ചൂടി തേജ പൂർണനായിതാ ഇതാ വ്യത്യാസം ഇതാ വ്യത്യാസം മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ ഇപ്പോൾ യോഗന്നാന്റെ മുൻപിൽ തേജപൂർണനായി ഇറങ്ങി വരികയാണ് ഇതാണ് വ്യത്യാസം ആ ക്രിസ്തു സഭകളോട് പറയുകയാണ് ഒന്ന് ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു രണ്ട് ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നു ഇനിയും ഈ ഏഴു നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ചിന്ത ചിലർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിനെ ഞാനായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല ബൈബിള് ബൈബിളിനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതങ്ങ് പറയാം സ്തോത്രം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം നോക്കുക നിങ്ങൾ ബൈബിളൊക്കെ തിരിക്കുകയും മറിക്കുകയും നോട്ട് ഒക്കെ ചെയ്തോണേ അവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ വലങ്കയിൽ കണ്ട ഏഴു നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊന്നില വിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു കണ്ടോ കണ്ടോ ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ചവനെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു ഏഴു നക്ഷത്രം ഏഴു സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴു സഭകളാകുന്നു കേട്ടോ ആ ബൈബിൾ ബൈബിളിനെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാർ ദൂതന്മാരെന്ന് പറയുമ്പോൾ ഏഞ്ചലോസ് അല്ല ദൂതന്മാരെന്ന് പറയുമ്പോൾ മിനിസ്റ്റേഴ്സ് ആണ് മെസ്സഞ്ചേഴ്സ് ആണ് മിനിസ്റ്റേഴ്സ് ആണ് അതായത് കർത്തൃവേലക്കാർ അതായത് ഏഴ് സഭകളുടെ ശുശ്രൂഷകന്മാർ എനിക്ക് അവിടെ കൊടുക്കുവാൻ ഇഷ്ടമുള്ള ഒരു അർത്ഥം എന്നാണെന്നറിയാമോ കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണെന്നറിയോ ഏഴ് സഭാകാലയളവുകളിൽ ജീവിക്കുന്ന സകലമാന കർത്തൃദാസന്മാരും എൻ്റെ കയ്യിലാണ് ഇത് എഫ് എസ് ഓസ് സഭയോട് പറയുമ്പോൾ എഫ് എസ് ഓസ് സഭയ്ക്കുള്ള ഊർജം എന്താണെന്നറിയാമോ ഗൗരവത്തോടെ കേട്ടോണം സ്തോത്രം നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ സഭ പീഡനത്തിനകത്തൂടെ പോവുകയാണ് പീഡനത്തിനകത്തൂടെ എവിടെ ആരംഭിച്ചത് അതിന്റെ തീവ്രതയിലേക്ക് കയറിയത് സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവമാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞതോടുകൂടി സ്തേഫാനോസ് കൊല്ലപ്പെട്ടതോടുകൂടി ഉപദ്രവം അതിന്റെ ഉച്ചസ്ഥായിലെത്തി ഇപ്പം കർണാടകയിലും മറ്റുമൊക്കെ കാണുന്നത് പോലെ ഉപദ്രവം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി തവിഞ്ഞു നിന്ന ഒരു സംഭവം ഉച്ചസ്ഥായിലേക്ക് കൊട്ടിപ്പെരുക്കുന്നതും പോലെ ഉച്ചസ്ഥായിയിലേക്ക് എത്തി അതിന്റെ പരിണിത ഫലം എന്നറിയോ അപ്പോസ്തുലന്മാർ ഒഴികെ സകലരും ചിതറി ഇനി ഞാനൊരു കാര്യം പറയാം ചിതറിപ്പോയയിടത്ത് അവർ ഒതുങ്ങിപ്പോയില്ല ചിതറിപ്പോയയിടത്ത് സഭകളുണ്ടായി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം നാം കർത്താവിൻ്റെ നിയോഗത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നാം ചിതറുന്ന ഇടത്തുപോലും തകരുകയല്ല ചിതറുന്ന ഇടത്തുപോലും വളരുകയാകും ചെയ്യുന്നത് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ അപ്പം ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് സഭയോട് പറയുകയാണ് നിങ്ങൾക്ക് പീഡനമുണ്ട് നിങ്ങൾക്ക് പീഡനമുണ്ട് നമുക്കറിയാം ഏത് കാലയളവ് എഫസോസിന്റെ കാലയളവ് എന്ന് പറയുമ്പോൾ ഡൊമീഷ്യനുള്ള നീറോയുള്ള ഡയോക്ലീഷ്യനുള്ള ആമേൻ ട്രാജനുള്ള ഏ ഇങ്ങനെ കിരാതന്മാരായ റോമൻ ചക്രവർത്തിമാർ അവരുടെ ഉരുക്കുമുഷ്ടി കൊണ്ട് ക്രൈസ്തവരെ ഉഴുതുമറിക്കുന്ന കാലഘട്ടത്തിലാണ് ആ സഭകളിലുള്ള ദൈവദാസന്മാരോട് പറയുന്നത് നിങ്ങൾ വിഷമിക്കുമെന്നും വേണ്ട നിങ്ങൾ എൻ്റെ ഉള്ളം കൈക്കകത്താണ് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ഹാലലൂയി എനിക്കറിയാം പലയിടങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ദൈവദാസന്മാരുണ്ട് ലക്നൌവിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് അങ്ങനെ ചില പേരുകളൊക്കെ ഞാൻ കണ്ടത് ലക്നൌവിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് പല ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് സ്തോത്രം ജോയിൻ ചെയ്തിട്ടുള്ള ദൈവദാസന്മാരെ ഞാൻ ആത്മാവിൽ ദൂത് പറയാം പ്രശ്നങ്ങൾ നമുക്കെതിരെ വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭീഷണികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ദൂത് ഓർത്തോണം നമ്മൾ കർത്താവിന്റെ ഉള്ളം കരത്തിനകത്താണ് കർത്താവിൻ്റെ ഉള്ളം നിങ്ങൾക്ക് ധൈര്യമായി ആ വചനത്തിന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആ വചനത്തിന് ആമേൻ കൊണം കർത്താവ് നമ്മോട് പറയുകയാണ് നീ എൻ്റെ ഉള്ളം കരത്തിനകത്താണ് നീ എൻ്റെ ഉള്ളം കരത്തിനകത്താണ് നിനക്കെതിരെ നീറോ നിൽക്കുന്നുണ്ടായിരിക്കും നിനക്കെതിരെ ഡയോക്ലീഷൻ നിൽക്കുന്നുണ്ടായിരിക്കും നിനക്കെതിരെ ഡൊമീഷ്യൻ നിൽക്കുന്നുണ്ടായിരിക്കും നിനക്കെതിരെ ട്രാജൻ നിൽക്കുന്നുണ്ടായിരിക്കും ആര് നിന്നാലും ആര് നിന്നാലും നീ എൻ്റെ ഉള്ളം കൈക്കകത്താണ് അതാണ് ഒന്നാമത്തെ മെസ്സേജ് ഞാൻ പറയുന്നു ഞാൻ പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത രണ്ടാമത്തെ മെസ്സേജ് എന്നറിയാമോ ആമേൻ ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവൻ സൈഡിലല്ല മുൻപിലല്ല പിൻപിലല്ല നടുവിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ സഭയുടെ കേന്ദ്രം ക്രിസ്തുവാണ് ഒന്ന് സഭ കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണ് രണ്ട് സഭയുടെ കേന്ദ്രം ക്രിസ്തുവാണ് പ്രൈസ് ദ ലോഡ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത അതിനെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് യോഗനാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആ വാക്യം വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു അടുത്തത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല അടുത്തത് അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല എൻ്റെ പ്രിയരെ പിടിച്ചു പറിക്കയില്ലെന്നും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ലെന്നും പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം അർത്ഥം ഞാൻ പറയാം പിടിച്ചു പറിക്കാൻ ആളുണ്ട് കേട്ടെന്ന ചിന്ത ദൈവിക പദ്ധതിക്ക് അകത്തുനിന്ന് ദൈവത്തിന്റെ നിയോഗത്തിനകത്തു നിന്ന് ദൈവ ഉദ്ദേശത്തിന് നിന്ന് നമ്മെ പിടിച്ചു പറിക്കാൻ നമ്മെ നശിപ്പിക്കാൻ നമ്മെ ഇല്ലായ്മ ചെയ്യാൻ ആളുണ്ട് പക്ഷെ ബൈബിൾ പറയുകയാണ് ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല ഞാൻ അതിന് കൃത്യമായ ഒരു തെളിവ് പറയാം നിങ്ങൾ എന്നോടൊപ്പം വരണേ ഈ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു മലയാളത്തിലാണ് അനുവാദം ചോദിച്ചു എന്ന് പറയുന്നത് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിലൊക്കെ കൽപ്പന ചോദിച്ചെന്നും അനുവാദം ചോദിച്ചെന്നും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നാൽ കെ ജെ ബിക്കകത്ത് നിങ്ങളുടെ കയ്യിൽ കെ ജെ ബി ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി ആ കെ ജെ ബി ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് അല്പം വ്യത്യസ്തമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം നിന്നെ പതിർ പോലെ പാറ്റിക്കളയാൻ സ്തോത്രം നിന്നെ പതിർ പോലെ പാറ്റിക്കളയാൻ സ്തോത്രം പിശാദിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോണം നിന്നെ പാറ്റിക്കളയാൻ പിശാചിന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ കേട്ടോ പതിര് പോലെ പാറ്റിക്കളയാൻ എനിക്ക് അവിടെ ഒരു ദൂത് പറയാനുണ്ട് സ്തോത്രം നാല് പറഞ്ഞ് ദിവസം പറഞ്ഞ് സമയം പറഞ്ഞ് പതിര് പോലെ പാറ്റിക്കളയാൻ ഏ ആഗ്രഹിച്ചിരിക്കുന്ന ചില സാത്താന്യ മണ്ഡലങ്ങൾ ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ ദൈവമക്കളെ ഇതുപോലെയുള്ള പദ്ധതികൾ നമുക്കെതിരെ ഉയർന്നതാ ഇല്ലേ സ്തോത്രം പത്രോസിനെതിരെ മാത്രമല്ല പാറ്റിക്കളയാൻ അനുവാദം ചോദിച്ചു നിന്നത് നമുക്കെതിരെ ഒക്കെ ഇതുപോലെ അനുവാദം ചോദിച്ചതാ സ്തോത്രം പലതും നമുക്കെതിരെ വന്നതുമാ എന്നാൽ എന്തേ നമ്മൾ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാര്യമേ പറയാനുള്ളൂ സ്തോത്രം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് ജീസസ് ആരോഗ്യത്തെ ചോദ്യം ചെയ്ത് ശുശ്രൂഷയെ ചോദ്യം ചെയ്ത് നിയോഗങ്ങളെ ചോദ്യം ചെയ്ത് അനുവാദം ചോദിച്ച് തകർത്ത് കളയാൻ നിന്ന് അവിടെ നിങ്ങൾ ഈ ഈ പാറ്റിക്കളയുക എന്ന് പറയുമ്പം സ്തോത്രം ഈ പലരും നാട്ടിൽ നിന്നും ഇത് സമ്മിശ്രമായ ഒരു സമൂഹമാണ് ചിലരൊക്കെ യു എ എന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളും നാട്ടിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഏരിയകളിൽ നിന്നും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ സ്തോത്രം നമ്മളൊക്കെ ഈ ഒരു ഈ ഒരു കൃഷി പശ്ചാത്തലമുള്ളവരാ അല്ലേ ഈ പാറ്റിക്കളയുക പതിര് പോലെ പാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പതിര് പാറ്റുക എന്ന് പറയുമ്പോൾ നെല്ല് മെതിച്ചു കഴിയുമ്പം ആ നെല്ലിനകത്ത് കിടക്കുന്ന പതിരിനെ തരംതിരിക്കാനുള്ള ഏക മാർഗമാണ് പാറ്റിക്കളയുക എന്ന് പറയുന്നത് ഈ പാ പതിരെ അതിനകത്തു നിന്ന് പാറ്റിക്കളഞ്ഞാൽ പതിരെന്ത് ചെയ്യും പതിര് കത്തിക്കും പത്രോസെ നിന്നെ കത്തിക്കാനായിരുന്ന പരിപാടി സ്വത്രം ഈ പത്രോസ് ആരാന്ന് ഞാൻ പറയാം അവിടെ തന്നെ കർത്ത പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഒരു സമയത്ത് തിരിഞ്ഞു വന്നതിന് ശേഷം സഹോദരന്മാരെ ഉറപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പത്രോസ് ആരാ സഹോദരന്മാരെ ഉറപ്പിക്കേണ്ടവൻ സഹോദരന്മാരെ ഉറപ്പിക്കേണ്ടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് ആണ് വാസ്തവത്തിൽ പലതിന്റെ മുന്നിൽ നിൽക്കേണ്ടുന്നത് ആമീൻ ഞാനതിന് പല കാര്യങ്ങൾ പറയാം ഒന്ന് പെന്തക്കോസ്ത് നാളിലെ മൂവായിരം പേര് ഇതെന്താണെന്ന് ചോദിച്ചു വന്നു നിൽക്കുമ്പം ഇതെന്താണെന്ന് പറയേണ്ട ആള് പത്രോസ അമേൻ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്കൽ ആദ്യമായിട്ട് സഭയുടെ പുറത്തുള്ള മിനിസ്ട്രിയാ മുടന്തനായ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുക യോഗം ഞാൻ കൂടെ ഉണ്ടെങ്കിലും വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്ന നസറന യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കെന്ന് പറയുന്ന പറയേണ്ട ആള് പത്രോസാണ് സ്വോത്രം ഇനി പത്താം അധ്യായത്തിലേക്ക് വന്ന് ഒമ്പതാം അധ്യായം വരെ ഇസ്രയേലിന്റെ ഇടയിൽ മാത്രം നിലനിന്ന സുവിശേഷം പത്താം അധ്യായത്തിൽ അതിന്റെ അതിർവരമ്പ് പൊട്ടിച്ച് ജാതീയ ലോകത്തിലേക്ക് തിരിയാൻ പോവാ ജാതീയ ലോകത്തിലേക്ക് സുവിശേഷത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്യേണ്ട ആള് സ്തോത്രം ഈ പത്രോസ ഈ പത്രോസിനെ പാറ്റാനാണ് അനുവാദം ചോദിച്ചു നിൽക്കുന്നത് നിങ്ങൾ കേൾക്കണം ഈ പത്രോസിന്റെ സ്വാധീനം എന്താന്ന് ഞാൻ പറയാം യേശുവിന്റെ മരണാനന്തരം ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പം ബാക്കി അച്ചാച്ചന്മാരെല്ലാം പറഞ്ഞു പത്രോസ് അച്ചാച്ചൻ പോവുകയാണെങ്കിൽ ഞങ്ങളും വരിക കാരണം ഈ അച്ചാച്ചൻ പോയാൽ ഈ പുള്ളികളെല്ലാം പുറകെ പോകും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറും ലീഡർഷിപ്പിന് പ്രോബ്ലം ഉണ്ടായാൽ ജനത്തെ അത് ബാധിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ലീഡർഷിപ്പിൽ നിൽക്കുന്ന സ്തോത്രം ഈ പാറ്റി പാറ്റിക്കളയാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയത് ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ തൂത് പറയാം എൻ്റെ ദൈവദാസന്മാരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെതിരെ അസാധാരണമായ ചില എതിരിൻ്റെ മേഖലകൾ ഉയരുന്നുണ്ടെങ്കിൽ സ്തോത്രം നിങ്ങളെ കൊണ്ട് എന്തോ ചില അസാധാരണ പദ്ധതികൾ ദൈവം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ ഈ പരിപാടി എല്ലാം ഒരുക്കുന്നത് ഞാൻ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം ഗൗരവത്തോടെ ശ്രദ്ധിക്കണം ഈ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞല്ലോ മിക്കവാറും യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമാണ് ഇത് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് ഈ പാറ്റാനുള്ള പരിപാടി ഒരുക്കിയത് യേശുവിൻ്റെ മരണസമയത്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെ കാരണം യൂത കെട്ടി ഞാൻ ജാകാൻ നിൽക്കുകയാണ് യൂത പോയി ഇപ്പം മത്തിയ സൊട്ട് വന്നിട്ടുമില്ല അപ്പം യൂത ഒഴിവാക്കിയാൽ പതിനൊന്ന് പേര് ഈ പതിനൊന്ന് പേരിൽ പത്രോസിനെ ഒഴിവാക്കിയാൽ ബാക്കി പത്ത് പേര് ഈ പത്തു പേരും മഹാപുരോഹിതന്റെ അരമന മുറ്റത്തിന് വശത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുകയാണ് സ്വോത്രം ഹലലുയ്യ അവിടെ നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ തീ കാഞ്ഞേ പറ്റത്തുള്ളൂ അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ ഹീറ്ററുണ്ട് ഈ ഹീറ്ററൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തീ കാഞ്ഞേ പറ്റത്തുള്ളൂ പത്രോസ് മാത്രമല്ല ബാക്കി പത്ത് അച്ചാച്ചന്മാരും തീ കായാൻ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അവരുടെ ആരുടെ അടുക്കൽ ബാല്യക്കാരത്തിൽ പെങ്കൊച്ച് വന്നില്ല പക്ഷെ പത്രോസിൻ്റെ അടുക്ക് വന്നു അമേൻ ഈ പറയുന്ന ആരുടെ അടുക്കൽ പരിചാരകന്മാർ വന്നില്ല നിന്റെ ഉച്ചാരണം തെളിയിക്കുന്നല്ലോ ആരും പറഞ്ഞില്ല പക്ഷെ പത്രോസിന്റെ അടുക്കൽ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ആരുടെ അടുക്കൽ പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ചേ ആ ഒരൊറ്റ മനുഷ്യനെ മാത്രം ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ തയ്യാറാക്കപ്പെടുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം പിശാജ് നമുക്കെതിരെ തയ്യാറാക്കുന്ന ചില പദ്ധതികൾ തയ്യാറാക്കപ്പെടുക മാത്രമല്ല അതിനെ നടപ്പിൽ വരുത്താനും പരിശ്രമങ്ങൾ ഉണ്ടാകും പത്രോസിനെ പാറ്റാൻ പദ്ധതി തയ്യാറാക്കിയത് മാത്രമല്ല തയ്യാറാക്കിയ പദ്ധതി നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു പക്ഷേ കർത്താവ് പത്രോസിനെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ വയസ്സ് പറഞ്ഞ് ഐ മീൻ ദിവസം പറഞ്ഞ് ഏ സമയം പറഞ്ഞ് നിങ്ങൾക്കെതിരെ തയ്യാറാക്കപ്പെടുന്ന പദ്ധതികൾ ഒരു ബോംബ് പോലെ നിങ്ങളുടെ മേൽ വീണ് പൊട്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയോ ഇന്നും അഭിഷക്തനെ നിങ്ങൾ മിനിസ്ട്രിയിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയോ സഹോദരി ഇന്ന് നീ കൃപയിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ നീ പോലും അറിയാതെ ഒരു പ്രാർത്ഥന നിനക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട് അത് സ്വർഗത്തിൽ നടന്ന പക്ഷപാത പ്രാർത്ഥനയാണ് ചില ആളുകളുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല പാസ്റ്റർ എൻ്റെ മിനിസ്ട്രിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ പിന്നിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പൊതു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നൂറുകണക്കിന് ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാസ്റ്ററെ പ്രാർത്ഥിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഞാൻ ആത്മാവിൽ പറയാം ഇവിടെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരൊറ്റ മനുഷ്യനുമില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉയരത്തിൽ നടക്കുന്നുണ്ട് ഞാനത് പല വാക്കുകൾ കൊണ്ട് തെളിയിക്കാം അതിൽ ഒരു വാക്കാണ് ഹാലലുയ്യ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് നീ ജാഗരിക്കേണ്ട എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളാം സ്വത്രം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത ഞാൻ ജാഗരിച്ചു കൊള്ളാം നീ ജാഗരിക്കേണ്ട ഞാൻ ജാഗരിച്ചു കൊള്ളാം യോഗനാൻ സുവിശേഷം പതിനേഴാം അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത് ഈ പ്രാർത്ഥനയാണ് സ്തോത്രം അവിടെ പറയുന്നുണ്ട് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചോ എന്തുവാ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് സത്യം എൻ്റെ സഹോദരങ്ങളെ നമ്മളെ കാത്തുകൊള്ളാൻ പ്രാർത്ഥിക്കുന്ന ആമേൻ സ്വർഗീയമായ ഒരു പ്രാർത്ഥന പവർ ഓഫ് ഗാഡ് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മൾ കാണാത്ത ഇടത്ത് നമ്മൾ കേൾക്കാത്ത ഇടത്ത് ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം പറയാം ഇയോബിന് ചുറ്റും വേലി കെട്ടിയത് ഇയോബ് പറഞ്ഞിട്ടുമല്ല ഇയോബ് പ്രാർത്ഥിച്ചിട്ടുമല്ല ഇയോബിന് പോലും അറിയത്തില്ലായിരുന്നു ഇയോബിന് ചുറ്റും ഒരു വേലിയുണ്ടെന്ന് അതാകെ അറിയാവുന്ന ഒരു പുള്ളി പിശാചായിരുന്നു ഇവൻ നേരെ ദൈവസന്നിധി ചെന്ന് എന്ന് പറഞ്ഞു വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത് നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ ഞാൻ ചിന്തിക്കുക ഇയോബിനുള്ളതിന് ചുറ്റും ഒരു വേലി ഉണ്ടെന്ന് ഇയോബിൻ്റെ കൊച്ചമ്മ അറിഞ്ഞായിരുന്നെങ്കിൽ പൊട്ടി സംസാരിക്കുന്നത് പോലെ കൊച്ചമ്മ പറയത്തില്ലായിരുന്നു സ്വാത്രം കൊച്ചമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇയോബിനും അറിയത്തില്ലായിരുന്നു പക്ഷേ പിശാജിനറിയായിരുന്നു ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണു തുറന്ന് കാണ് സ്തോത്രം നമ്മൾ പോലും അറിയാതെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട് ഒരു വേലി ഹോറാഥബ ശാന്തൽ ജനാഥന് ഞാൻ പറയും ഒരാഭിചാര ശക്തികൾക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല ഒരു മന്ത്രവാദ ശക്തികൾക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല കാരണം നിന്നെ കവർ ചെയ്യുന്ന ഒരു വേലി നിനക്ക് ചുറ്റുമുണ്ട് ഒരു കവറിംഗ് ഉണ്ട് ഒരു കവറിംഗ് ഉണ്ട് ഇവിടെ സഭയോട് പറയുകയാണ് സഭയെ ധൈര്യപ്പെട് ധൈര്യപ്പെട് ഞാൻ സഭയുടെ കേന്ദ്രമായി നടുവിലുണ്ട് ഞാൻ നടുവിലുള്ളിടത്തോളം നീ എൻ്റെ കരത്തിൽ സുരക്ഷിതമാണ് അടു അതിൻ്റെ അടുത്ത വാക്ക ഇവിടെ പറയുന്നത് ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക ഇല്ല കേൾക്ക് കേൾക്ക് സ്തോത്രം പിടിച്ചു പറിക്കത്തില്ല ഞാൻ ആത്മാവിൽ പറയാം ലൂസിഫർ ഇറങ്ങി നിന്നാലും ദൈവിക പദ്ധതിക്കകത്തുനിന്ന് നിന്നെ തകർക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കല്ലാതെ ഏലിയാവേയും സ്തോത്രം ബാലിന്റെ ശക്തി അല്ല നിന്നെ ചൂരച്ചെടിയുടെ കീഴിക്കേറ്റത് നിന്റെ ഹൃദയത്തിന്റെ നിരാശയാ അലെ ലൂയ്യ സ്തോത്രം സ്തോത്രം ഞാൻ അവിടെ ഒരു കാര്യം പറയാം എൻ്റെ പ്രിയ ദൈവമക്കളെ ഈ നമ്മുടെയൊക്കെ ലൈഫിലെ ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നിരാശകളൊക്കെ ഉണ്ടല്ലോ മതി കർത്താവെ മതി ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ സത്യത്തിൽ അതിനോടൊന്നും കർത്താവിന് പിണക്കം പോലുമില്ല കേട്ടോ അതിനകത്ത് കർത്താ കർത്താവ് അത് അത് കർത്താവ് അത് പിന്മാറ്റക്കാരാന്നൊന്നും നമ്മളെ വിളിക്കുകയല്ല കാരണം ഈ ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ മതി കർത്താവേ എന്നും പറഞ്ഞ് പോയി കിടന്നപ്പം പിന്മാറ്റക്കാരാ നിന്നെ ഇനി ഞാൻ ഒന്നിനും ഉപയോഗിക്കുകയല്ലടാ ഇറങ്ങിപ്പോക്കണമെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത് കർത്താവ് അവിടെ ചെന്ന് വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് മടുത്ത് ക്ഷീണിച്ച് കിടക്കുന്നവനോട് പറയുന്ന ഒരു ദൂരയാത്രയുടെ വെളിപ്പാടാണ് ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ പറയാം നീ വളരെ ക്ഷീണിച്ചും മടുത്തും ബന്ധപ്പെട്ടും ഇരിക്കുകയാണെങ്കിൽ ഇനി എങ്ങനെ എന്നുള്ള ഒരു പ്രയാസത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ നിരാശ കർത്താവിന് അറിയാം ഞാൻ പറയുന്നത് നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു ആരോ പറയുന്നത് നമ്മൾ ചത്തുപോകുമെന്നുള്ള കാര്യം കർത്താവിന് അറിയാം അല്ലെന്നേ നമ്മുടെ പ്രകൃതി അറിയാം നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഈ പലരുടെ ഇമോഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ട് ചിലർക്ക് വളരെ ആരോഗ്യമായിട്ടുള്ള ഒരു വൈകാരികതയുള്ളത് മറ്റു ചിലരാണ് പെട്ടെന്ന് അങ്ങ് വാടി കുഴഞ്ഞു പോകും ഒന്നിൻ്റെ മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല വാടി കുഴഞ്ഞു പോകുന്ന മീൻ ചില സന്ദർഭങ്ങൾ അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് ആലലി അവൾ അവർ വളരെ ഉത്കണ്ഠാകുലരാണ് എൻ്റെ പ്രിയനെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വളരെ ഉത്കണ്ഠയുള്ളവരാണെങ്കിൽ അല്ലേ ലുയ്യ സ്വോത്രം സ്വോത്രം നിങ്ങൾ വളരെ ക്ഷീണിതരാണെങ്കിൽ നിങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ആ പ്രയാസത്തിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ചില നിരാശയോടൊന്നും കർത്താവിന് വിനോദമൊന്നുമില്ല കേട്ടോ അവിടെയും വന്ന് കർത്താവിന് പറയാനുള്ളത് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് ഏലിയാവിനെ ചൂരച്ചെടിയുടെ കീഴിൽ നിന്നാണ് അതുവരെ കാണാത്ത ചിലതിനെ കാണാൻ തമ്പുരാൻ അയച്ചത് ഗ്ലോറി ടു ഗോഡ് ഏറ്റവും വലിയ നിരാശയുടെ ആഴത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ദൗത്യത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അയച്ചത് ഞാൻ പറയാം തട്ടിപ്പറിക്കാൻ കഴിയത്തില്ല ഒരു ബാലിനും ഏലിയാവെ നിന്നെ തൊടാൻ പറ്റത്തില്ല റാധാബ ശാന്തൽ ജനാഥന് നിങ്ങൾ ഏത് ഏരിയയിലായാലും നമ്മൾ തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഞാൻ അത് പറയുന്നുണ്ട് എന്നാലും പറഞ്ഞു വന്നതുകൊണ്ട് ഞാനങ്ങ് പറയാം ആമൻ നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു സ്വാത്രം ദേ സാത്താന്റെ സിംഹാസന ഉള്ളയിടത്ത് സാബ സാത്താന്റെ സിംഹാസന ഉള്ളയിടത്ത് സാബ സ്തോത്രം ഈ സാത്താന്റെ സിംഹാസനം എന്ന് പറയുമ്പം ഈ ചിലർക്ക് മനസ്സിലാകത്തില്ല എന്തോ ഈ സാത്താന്റെ സിംഹാസനം അതൊരു പ്രത്യേക അന്ധകാര ശക്തിയാണ് സ്തോത്രം എനിക്ക് തുറന്നു പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് എന്താണെന്ന് പറയാം ഒറ്റ വാക്കിൽ അത് പറഞ്ഞു വിടാം സ്തോത്രം ഈ സാധാരണ നിരപ്പിൽ നിന്ന് എണ്ണൂറടി ഉയരത്തിൽ ഉള്ള സ്തോത്രം അസാധാരണമായ അസാധാരണമായ വലുപ്പമുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ വ്യാപരിക്കുന്ന ഒരു പ്രത്യേക പൈശാചിക ശക്തി ആ ശക്തിയുടെ പേര് പറയാൻ എനിക്കറിയാം സ്തോത്രം ഞാനത് വായിച്ചിട്ടുണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുമുണ്ട് സ്തോത്രം പക്ഷേ അത് ഇതൊരു ഒരു ഓപ്പൺ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അപ്പോൾ ഒരു പ്രത്യേക പൈശാചിക ശക്തി ഒരു ഒരു ഒരു ദേശത്തിൻ്റെ ആധിപത്യം ആ ആധിപത്യമാണ് ആ ആധിപത്യത്തെ ഉദ്ദേശമാണ് കർത്താവ് പറയുന്നത് നീ എവിടെ പാർക്ക് നീ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് പാർക്കുന്നത് അതാ പറയുന്നത് ആധിപത്യം ഉള്ളിടത്താണ് നീ പാർക്കുന്നത് ഞാൻ പറയാം അവിടെ ഈ സഭ നിന്നു എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറയാം ഉള്ള കുട്ടി മന്ത്രവാദി ആമൻ നിങ്ങൾക്കെതിരെ കൊടിയ മന്ത്രവാദം ചെയ്യുന്നവനാകട്ടെ നീ കർത്താവിൻ്റെ കാര്യത്തിൽ ഇരിക്കുന്നിടത്തോളം സുരക്ഷിതമാണ് സ്തോത്രം അതുകൊണ്ടാണ് പറയുന്നത് ആമീൻ ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ച് സ്തോത്രം ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതരാണ് കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതരാണ് സ്തോത്രം ഇനി ഇവിടെ ഈ ഈ എഫ് എസ് ഒസ് സഭയോട് നീ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പറയുമ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എഫ് എസ് ഒസിൽ വ്യാപരിച്ച ഒരു ദുർഭൂത ശക്തി ഉണ്ടായിരുന്നു അതാണ് അർത്തമീസ് അർത്തമീസ് അപ്പോസപ്രത്തി പത്തൊൻപതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ആ ഒരു ഒരു ഭാഗത്താണ് സ്തോത്രം ഈ ഒരു ഒരു ഒരു ഒരു വിവരണമുള്ളത് ആ ദുർഭൂത ശക്തിയെപ്പറ്റി ഇരുപത്തിയേഴാമത്തെ വാക്യം നോക്കൂ അതിനാൽ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും അവിടെ പറയുന്നുണ്ട് ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോന്ന് കണ്ട കണ്ട കണ്ടോ ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോകുന്ന ഒന്നുകൂടെ കേട്ടോണം ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോകുന്നു ഈ ഡയാന എന്ന് പറയുന്ന അർത്തമീസ് എന്ന് പറയുന്ന ഈ ശക്തി ഒരു ലോക്കൽ ശക്തിയല്ല ഇത് ആ ഏരിയ മുഴുവൻ അടക്കി ഭരിക്കുന്നതാ ആസ്യ മുഴുവൻ ഭൂതലം മുഴുവൻ അടക്കി ഭരിക്കുന്നതാ അവിടെയുള്ള സഭയോടെ പറയുന്നത് ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈക്കകത്ത് വെച്ചിരിക്കുകയാണ് ഏഴ് നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് ഏഴ് പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അറളി ചെയ്യുന്നത് ഇത് സഭയ്ക്ക് കൊടുക്കുന്ന ഊർജം ചെറുതല്ല കേട്ടോ സ്വത്രം സഭയ്ക്ക് കൊടുക്കുന്ന ഊർജം ചെറുതല്ല അമേൻ ഒന്നാമത്തെ സഭയോട് പറയുന്ന ക്രിസ്തു വെളിപ്പാട് അതാണ് നീ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഇനി രണ്ടാമത്തെ സഭയ്ക്ക് കൊടുക്കുന്ന ക്രിസ്തു വെളിപ്പാട് എന്താണെന്ന് ശ്രദ്ധിച്ചോണം രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം സ്മുർണയിലെ സഭയുടെ ദൂതനെ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരളി ചെയ്യുന്നത് യേശു പറയുക ഞാൻ ആരാണ് ഞാൻ മരിച്ചവനാണ് മരിച്ചവനായിരുന്നു ഇപ്പോൾ ആരാണ് ഇപ്പോൾ വീണ്ടും ജീവിക്കുന്നവൻ ഒന്നുകൂടെ ഞാൻ പറയാം ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ആരാണ് ഇപ്പോൾ വീണ്ടും ജീവിക്കുന്നവനാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത സ്വത്രം ആരോടാ പറയുന്നത് സ്മുർണയിലെ സഭയുടെ ദൂതനോടാ പറയുന്നത് നിങ്ങൾ ഈ ഈ സ്മുർണ എന്ന് പറയുന്ന ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ സ്മുർണ സ്മുർണ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് പദമാണ് അതിൻ്റെ അർത്ഥം മൂരെന്നാണ് അല്ലെങ്കിൽ അതിനെ കയ്പെന്ന് വിളിക്കാം ഈ ഈ നാട്ടിലെ ഒരു ഒരു നാട്ടു ചികിത്സയുണ്ട് ഉണ്ട് നിങ്ങൾക്കറിയാമോ ഈ ചതമൊക്കെ വരുമ്പം മുട്ട കൂട്ടി അടിച്ച് കൊടുക്കുന്ന ഒരു ഒരു സാധനമുണ്ട് ചെന്നിനായകം ആ ചെന്നിനായകം ഈ ചെന്നിനായകം എന്ന് പറയുന്ന സാധനം ഞാൻ ഇതുവരെയും കൃപയാൽ അത് കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അപാര കയ്പാണെന്നാണ് പറയുന്നത് ഈ നായകൻ കഴിക്കുന്നത് പോലെ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ മൂരെന്ന് പറയുന്ന സാധനം സ്തോത്രം അത് ഈ സ്മുർണ സഭയുടെ അനുഭവമാണ് ഈ കയ്പ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് ആ പേര് വന്നിട്ടുള്ളത് ആ ആ അവരുടെ അനുഭവമാണ് കയ്പ് സ്തോത്രം ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടെന്ന് അത് അത് കുടിച്ചിട്ടുള്ളവർക്കറിയാം ചെന്നിനായകത്തിൻ്റെ കയ്പ് ഏഹ് ചിലർക്ക് ചിലരുടെയൊക്കെ മോഹം കാണുമ്പോൾ അത് അത് കഴിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം തന്നെ ഇതൊരു ഒരു സുഗന്ധ വസ്തുവാണ് ഈ ഈ മൂരെന്ന് പറയുന്ന ഒരു സുഗന്ധ വസ്തുവാണ് വാക്യങ്ങൾ പലതും പറയാം സങ്കീർത്തനം നാൽപ്പത്തിയഞ്ച് എട്ട് നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു സ്വാത്രം ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ ആ ദന്തമന്ദിരങ്ങളെ ഒന്ന് തൊട്ടേക്കാമേ ഈ ദന്തമന്ദിരം എന്ന് പറയുമ്പം ഈ ചിലർക്ക് മനസ്സിലാകത്തില്ല ദന്തമന്ദിരോ അതെന്തുവാ ഈ ദന്തമന്ദിരം മലയാളത്തിലാണ് ഈ ദന്തമന്ദിരം എന്ന് കിടക്കുന്നത് ചിലർ ചിന്തിക്കുന്ന പല്ലുകൊണ്ടുണ്ട് ഉണ്ടാക്കി ഏതാണ്ട് മന്ദിരമാണെന്നാ ദന്തമന്ദിരം അതല്ല ഐവറി പാലസ് എന്ന ഐവറി പാലസ് ഐവറി പാലസ് അത് ഐവറി പാലസ് ദന്തമന്ദിരം ഐവറി പാലസ് ആണ് അത് ആ പാലസിനെ കൊട്ടാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഐവറി പാലസ് മന്ദിരങ്ങളിൽ നിന്നുള്ള കമ്പിനാഥ് ഈ ജയിലാൽ ഭാസ്കർ കൊണ്ട് സംഗീതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നുള്ളതുകൊണ്ടും ഞാൻ ഒത്തിരി പറയുന്നില്ല ഈ കമ്പിനാഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലി കമ്പി ഇട്ടവർ പാടുന്നതിനല്ല കമ്പിനാഥം എന്ന് പറയുന്നത് അങ്ങനെ ആരും ചിന്തിക്കല്ലേ കമ്പിനാഥം എന്ന് പറഞ്ഞ് സ്ട്രിങ്സിൻ്റെ ഉപകരണങ്ങളുണ്ടല്ലോ സംഗീത ഉപകരണം സ്ട്രിങ്സ് ഇപ്പം വീണ വയലിൻ ഗിറ്റാർ പോലെയുള്ള സംഗീത ഉപകരണങ്ങൾ ദാവീദൊക്കെ ഉപയോഗിച്ച കിന്നരം പോലെയുള്ള സാധനങ്ങൾ ഇതാണ് ഈ കമ്പിനാഥം അതായത് ഈ ഐവറി പാലസുകളിൽ നിന്നുള്ള ആ സംഗീതം അതാണ് അവിടുത്തെ ഉദ്ദേശം ആ സംഗീതം നിന്നെ സന്തോഷിപ്പിക്കുന്നെന്ന് നമുക്കറിയാം അവരുടെ കാലഘട്ടത്തിൽ ഈ സംഗീതത്തിനൊക്കെ വളരെ പ്രാധാന്യത ഉണ്ടായിരുന്നു പൂത ഇളകിയപ്പം സംഗീതക്കാരെയാണ് തിരക്കിയത് സ്വോത്രം ഈ ഒരു കാര്യം ഞാൻ പറയും സംഗീതത്തെ ഒന്ന് തൊട്ടതുകൊണ്ട് ഒന്നുകൂടെ പറയാം ഈ ചിലർക്ക് ഈ കീബോർഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അലർജിയാണ് അവർക്ക് ബൈബിൾ അറിയാൻ മേലാത്തതുകൊണ്ടാണെന്ന് എൻ്റെ ഒരു ചിന്ത തമ്പയർ കൂട്ടിയാലേ ശരിയാവത്തുള്ളൂ അവർക്ക് ആത്മാവ് ഇറങ്ങണമെങ്കിൽ തമ്പയർ കൂട്ടും ഈ ചിലരുണ്ടല്ലോ ഞാൻ ഈ ചില ചിലയിടങ്ങളിലൊക്കെ പോയിട്ടുള്ളപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് പിള്ളേർ സ്റ്റേജ് നിറയെ ആയിട്ട് അങ്ങ് നിൽക്കുകയാണ് നിറയെ ഇൻസ്ട്രുമെൻ്റ് കീബോർഡുകാർ തന്നെ മൂന്നും നാല് പേരാണ് മൂന്നും നാലും ഗിറ്റാർ പിന്നെ ഡ്രംസ് ഇതെല്ലാം വെച്ച് പിള്ളേർ വായിക്കുമ്പോൾ ഇടക്കര അച്ഛൻ ഒരു ടാമറിന് കിലുക്കിക്കൊണ്ടിരിക്കുക അത് അത് താളത്തിൽ കിലുക്കുകയാണേലും വേണ്ടുകയില്ല കാളവണ്ടി കട്ടു ചാടുന്നത് പോലെയാണ് ഈ സാധനം കിലുക്കുന്നത് അച്ഛനും അച്ഛൻ ഒരു പ്രത്യേക ചെയറൊക്കെ ഉണ്ട് അത് കുമ്പനാട് നിന്ന് ഒരു തമ്പാറൊക്കെ മേടിച്ച് പ്ലെയിനെ കയറ്റി കൊണ്ടുവച്ചേക്കുക സ്വാത്രം അത് ഇങ്ങനെ കടുക്കാ പുടുക്കാന്നും പറഞ്ഞ് അങ്ങ് അടിച്ചോളുക അല്ലേ ലുഹ്യ ഞാൻ പറഞ്ഞത് നല്ല കൊയറാണ് പിള്ളേർ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവരിത് നന്നായിട്ട് ചെയ്യുമ്പോഴും അച്ഛൻ കാളവണ്ടി കട്ടർ ചാടുന്നത് പോലെ ഈ തമ്പേർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് ഈ തമ്പേർ അടിച്ചേലേ ശരിയാവത്തുള്ളൂ അത് കുഴപ്പമൊന്നും അല്ല പക്ഷേ ഇവിടെ ഞാൻ ഈ സംഗീതത്തെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് നമുക്കറിയാം ഈ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ വിശേഷിച്ച് ഏലിശ പ്രവാചകൻ ഏലിശ പ്രവാചകൻ ഒരിക്കൽ മിനിസ്ട്രി ചെയ്യാൻ ഇരുന്നപ്പം ഏലിശ പറഞ്ഞത് ഒരു വീണക്കാരനെ കൊണ്ടുവരാനാണ് പറഞ്ഞു ഒരു വീണക്കാരനെ കൊണ്ടുവരാൻ പറഞ്ഞു വീണക്കാരൻ വീണ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പം യഹോവയുടെ ആത്മാവ് പ്രവാചകന് മേൽ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഇത് വായിക്കുന്നതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ സ്തോത്രം ഈ ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം ഞാൻ ആ കമ്പിനാഥം പറഞ്ഞതുകൊണ്ട് ഇത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ സംഗീത ഉപകരണങ്ങൾക്ക് ക്രൈസ്തവ ശുശ്രൂഷയിലും ആ ദൈവിക ആരാധനയിലും വളരെ പ്രാ പ്രാധാന്യത ഉണ്ട് സ്തോത്രം അത് സത്യം ഓക്കെ അപ്പൊ ഇവിടെ മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു സുഗന്ധം മൂറിൽ സുഗന്ധമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് കയ്പാണെങ്കിലും അത് സുഗന്ധമാണ് ഇനി ഉത്തമഗീതം മൂന്നിന്റെ ആറിലും മൂറും കുന്തിരിക്കവും കൊണ്ടുള്ള കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ട് പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവൻ ആർ എന്നവിടെ ചോദിച്ചിട്ടുണ്ട് സ്തോത്രം അപ്പം അവിടെയെല്ലാം ഈ മൂരെന്ന് പറയുന്നത് സുഗന്ധത്തിന് ഉപയോഗിക്കുന്നതാണ് സ്തോത്രം ഇതേ സാധനമാണ് കർത്താവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചത് ഈ നമ്മുടെ വിദ്വാൻമാർ ഈ ഈ വിദ്വാൻമാരെന്ന് പറയുമ്പം നമ്മൾ ആക്ഷേപിച്ച് പറയുന്ന ഒരു ഒരു ഒരു വാക്ക് ഓ ഒരു വിദ്വാൻ വന്നേക്കുന്നു ഇയാളാരാവ് ഇയാളെന്തോ വിദ്വ ഒരു വിദ്വാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാൻ മേലാത്ത പുതിയൊരു കാര്യം പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന വിദ്വാൻ വിദ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്ഷേപിച്ച് പറയുന്ന ടൈപ്പ് അല്ല വൈസ്മെൻസ് എന്നാണ് വൈസ്മെൻ വിദ്വാൻ എന്ന് പറയുമ്പോൾ വൈസ്മെൻ നമ്മുടെ ഭാഷ പറഞ്ഞ സയന്റിസ്റ്റുകൾ വാനനിരീക്ഷകർ വിദ്വാൻമാർ സയന്റിസ്റ്റുകൾ സ്തോത്രം അവരാണ് ഈ വന്നിരിക്കുന്നത് അവരെന്തോ കൊണ്ട് വെച്ചേക്കുന്നത് പൊന്നമൂര കുന്തിരിക്കും അങ്ങനെ ഒരു പാട്ടുണ്ട് പഴയ പാട്ടാണ് ഒരുപക്ഷെങ്കിൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം നല്ല ഓർക്കസ്ട്രേഷനാണ് ബെസ്റ്റ് ട്യൂണാണ് പഴയ ആളുകൾക്കറിയാം പൊന്നുമൂര് കുന്തിരിക്കം കാഴ്ച വെക്കാം ഞാൻ സന്നിധിയിൽ ആലോ ആരോമലേ അമലാസുതനെ ആരാരീരോ പൊന്നുമൂര് കുന്തിരിക്കാൻ കാഴ്ച വെക്കാൻ ഞാൻ സന്നദ്ധയിൽ പഴയ പാട്ടാണ് നല്ല പാട്ടാണ് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് എൻ്റെ ചിന്ത പഴയ ഒരു പാട്ടുകാരിയുണ്ട് ആലീസ് ആലീസാണത് പാടിയെന്ന എൻ്റെ ചിന്ത ഗംഭീരമായിട്ടാണ് പാടിയിരിക്കുന്നത് പൊന്നുമൂര് കുന്തിരിക്കാൻ വെക്കാൻ ഞാൻ സന്നദ്ധിയിൽ ആരോമലെ അമലാസുതനെ ആരാരിരോ അപ്പം കർത്താവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന പൊന്നുമൂര് കുന്തിരിക്കുക അതിൻ്റെ പിന്നിൽ മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് പൊന്ന് രാജ്യത്വമാണ് കുന്തിരിക്കം പൗരോഹിത്യമാണ് മൂര് പ്രവാചകത്വമാണ് ഇതെല്ലാം ആണെങ്കിലും ഈ മൂരിൻ്റെ പൊതു സ്വഭാവം കയ്പ ഇതല്ല ഞാൻ അതിൻ്റെ വിവരണം പറഞ്ഞതാ സത്യത്തിൽ സ്മൂർണ സഭ പീഡനത്തിലൂടെ പോകുന്ന സഭയാണ് ആ സ്മൂർണയുടെ കാലഘട്ടം സമ്പന്ന പട്ടണമാണെങ്കിലും ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളാണ് സ്മൂർണയിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെയും ആ കാലഘട്ടത്തിൽ സ്തോത്രം ഏറ്റവും അധികം സഭ പീഡിപ്പിക്കപ്പെട്ട സമയം സ്മൂർണയുടെ കാലയളവാണ് അതായത് എ ഡി നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള കാലയളവ് സ്തോത്രം സ്മുർണയുടെ കാലയളവാണ് പീഡനത്തിലൂടെ സഭ കടന്നുപോയ കാലയളവാണ് അല്ലെ ലൂയ്യ സ്തോത്രം സ്തോത്രം സ്തോത്രം അമേൻ അവരാരും രോഗസൗഖ്യം കണ്ട് വിശ്വാസത്തിൽ വന്നവരല്ല രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി വിശ്വാസത്തിലേക്ക് വന്നവരാ അതുകൊണ്ടാണ് സഭാപിതാവായ തെർത്തുല്യം പറഞ്ഞത് blood of the martyrs is the seal of the church രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത് രക്തത്തിൽ ചവിട്ടി വിശ്വാസത്തിലേക്ക് വന്നവരാ രക്തസാക്ഷിയുടെ രക്തം ഒഴുകിയപ്പോൾ സ്തോത്രം ഞങ്ങളില്ല എന്ന് പറഞ്ഞ് വാലും ചുരുട്ടി മൂലെ കയറുക അല്ലായിരുന്നു അവര് ആ രക്തത്തിൽ ചവിട്ടി അവർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു സ്തോത്രം ആലലൂയ പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റു പലതിനും വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് ചിലർക്ക് രോഗസൗഖ്യമാണ് വിഷയം ചിലർക്ക് പ്രശ്നപരിഹാരമാണ് വിഷയം ചിലർക്ക് ജോലിയാണ് വിഷയം ചിലർക്ക് വീടാണ് വിഷയം ചിലർക്ക് കാറാണ് വിഷയം അപ്പൊ ഇതൊന്നും കിട്ടത്തില്ല പാസ്റ്റർ കിട്ടും വേറെ ആര് തരാനാ ഞാൻ വിശ്വസിക്കുന്നു ഭൗതിക നന്മ ദൈവം തരും അതിന്റെ കാരണം ഞാൻ മേടിച്ചതെല്ലാം ദൈവത്തിൽ നിന്ന് ദൈവം തരാത്തതൊന്നും എൻ്റെ കയ്യിലില്ല ഇതെല്ലാം ദൈവം തരും പക്ഷേ ഈ ലക്ഷ്യം വെച്ച് ഇറങ്ങരുത് അങ്ങനെ ഇറങ്ങിയവരെ പൗലോസ് വിളിച്ച പേരുണ്ട് സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാർ സ്തോത്രം എൻ്റെ പ്രിയരെ ഞാൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു അത്ഭുതകരമായ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു സ്തോത്രം എൻ്റെ ദൈവം എൽ ഷഥായി ആണെന്ന് വിശ്വസിക്കുന്നു സ്തോത്രം എൽ ഷഥായി എൽ ഷഥായി എന്ന് പറഞ്ഞാൽ ശക്തിയേറിയ മാർവുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എൽ ഷഥായി സ്തോത്രം ആരോടാ അറിയാമോ അബ്രഹാമിനോടാ പറഞ്ഞു തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ള വല്യപ്പച്ചൻ വല്യപ്പച്ചൻ എന്നും പറഞ്ഞാൽ പോരാ അപ്പൂപ്പൻ സ്തോത്രം തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മ ഏ ഈ അമ്മൂമ്മയോട് പറയുകയാണ് അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്കൊരു ഒരു ഒരു ഒരു ആൺകുഞ്ഞുണ്ടാകും ഏ അബ്രഹാം ചോദിച്ചു എൻ്റെ ശരീരം നിർജീവം ഭാര്യയുടെ ശരീരം നിർജീവം മലയാളത്തിലെ നിർജീവം എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ ഡെഡ് എന്ന് എഴുതിയിരിക്കുന്നത് എൻ്റെ ശരീരം ചത്തുപോയി ഭാര്യയുടെ ശരീരം ചത്തുപോയി ചത്തുപോയ ശരീരത്തിനകത്ത് ജീവൻ പകരാൻ കഴിവുള്ളവനാണ് എൽ ഷത്തായി ഞാൻ വിശ്വസിക്കുന്നു എൽ ഷത്തായി ഇന്ന് പകലിലും നമുക്ക് വേണ്ടി ചലിക്കും എൽ ഷത്തായി ചലിക്കും ഹലലൂയ കഴിഞ്ഞ ദിവസം സ്തോത്രം ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങളുടെ ഒരു ഫെലോഷിപ്പിലുള്ള ഒരമ്മാമ്മ എന്നെ കാണാനായിട്ട് കൊല്ലത്തൂന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു കുമ്പനാട്ട് അപ്പോൾ ഈ അമ്മാമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം അമ്മാമ്മയുടെ ഒരു ടെസ്റ്റ് മണി എന്നോട് പറഞ്ഞു സത്യത്തിൽ അത് കേൾക്കേണ്ടതാ ഞാൻ അന്തിച്ചു പോയി അതായത് ലക്ഷം പേരിൽ പത്തു പേർക്ക് മാത്രം വരുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ലക്ഷം പേരിൽ പത്ത് പേർക്ക് മാത്രം വരുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ആ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന അതായത് നമ്മുടെ എല്ലാം കുടലിന് ആവരണമുണ്ട് എല്ലാവരുടെയും കുടലിന് ആവരണമുണ്ട് ഡോക്ടേഴ്സ് ആരിലുണ്ട് എന്നോട് ക്ഷമിക്കണം അമ്മാമ്മ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയത്തുള്ളൂ ഞാൻ മെഡിക്കലി ഒരു കാര്യവും പറയാൻ ക്വാളിറ്റിയുള്ള ആളല്ല എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ് അപ്പം അമ്മമ്മനോട് പറഞ്ഞത് ഈ കുടലിൻ്റെ ആവരണം സാധാരണ ഈ ആവരണം ചുവന്നാണ് ഇരിക്കുന്നത് പക്ഷേ ഈ ടൈപ്പ് രോഗമുള്ളവരുടെ കുടലിൻ്റെ ആവരണം വെളുത്തു പോകും സ്വാത്രം അപ്പം അങ്ങനെ ഒരു അമ്മാമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ജാതി ഇക്കായയുടെ പുറത്ത് ജാതിപത്രി പറ്റിയിരിക്കുന്നത് പോലെ കുടലിൽ പറ്റിയിരിക്കുന്ന സർജറി ചെയ്ത് നീക്കാൻ പറ്റത്തില്ല ചത്തുപോത്തേ ഉള്ളൂ സ്വോത്രം ഹലലൂയ അങ്ങനെ ഒരു രോഗം മരിക്കാൻ പോവാ സ്വോത്രം അങ്ങനെ ഒരു രോഗം ആ രോഗത്തിൽ നിന്ന് പതിനാറ് വർഷത്തിന് മുമ്പ് ഈ അമ്മാമ്മ സൗഖ്യമായതാ സ്വോത്രം ഹലലൂയ അത് അമ്മാമ്മ പറഞ്ഞു മുല്ലക്കര ദേവസ്യ സാറ് പ്രാർത്ഥിച്ച് സൗഖ്യമായതാ അത് കർത്താവ് ചെവി പറഞ്ഞതാണ് മുല്ലക്കര ദേവസ്യയെ സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ വണ്ടി പോകുമ്പോൾ ശബ്ദം കേട്ടതാ സ്തോത്ര അമ്മാമ കണ്ണു തുറന്ന് നോക്കുന്നത് ദേവസ്യ സാറിൻ്റെ പോസ്റ്ററയിലൊട്ടാണ് അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു മൂന്ന് മണിക്ക് യോഗം നിർത്തുന്നതിന് മുമ്പാണ് ദേവസ്യ സാറിൻ്റെ അടുക്ക ചെന്നത് സ്തോത്രം അത്ഭുതകരമായി സൗഖ്യമായി കേട്ടോ ഹലലൂയ അതൊരു ഒരു ഭയങ്കര ടെസ്റ്റോണിയാണ് അത്ഭുതകരമായി സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നെന്ന് ആയ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും അങ്ങനെ അങ്ങനെ ജഗോബ റാഫയ ഞാൻ വിശ്വസിക്കുന്നു അടിപ്പിണരാലുള്ള സൗഖ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പക്ഷെ സൗഖ്യത്തെ ബേസ് ചെയ്ത് ക്രിസ്തീയ ജീവിതം നിർത്താൻ നോക്കരുത് നിങ്ങൾ കേട്ടെന്ന് എൻ്റെ ചിന്ത സൗഖ്യത്തെ ബേസ് ചെയ്ത് ക്രിസ്തീയ ജീവിതം നിർത്താൻ നോക്കരുത് ലാസറിന്റെ ആത്മീക ജീവിത ഉയർപ്പിനെ ബേസ് ചെയ്തല്ല ഒരിക്കൽ ഉയർത്തെങ്കിലും പിന്നത്തേതിൽ ലാസർ മരിച്ചു അതാ ഞാൻ പറഞ്ഞത് സ്വത്രം സൗഖ്യത്തെ ബേസ് ചെയ്ത് ഭൗതികതയെ ബേസ് ചെയ്ത് ആത്മീക ജീവിതം ക്രമപ്പെടുത്തരുത് ഹലലൂയ്യ ഇന്നിന്റെ കാലഘട്ടത്തിൽ സ്തോത്രം നമ്മൾ വെയ് രാജാവേ ഒന്ന് വെച്ചാൽ രണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ജനത്തിന് ഇങ്ങനെ ഓഫർ കൊടുത്തു സ്തോത്രം മൊത്തം ഓഫറാണല്ലോ മൊത്തം ഓഫറാ നിങ്ങൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഓൺലൈൻ മീഡിയ ഓൺലൈൻ എന്താ പറയുന്നത് വ്യാപാരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണല്ലോ എഴുപത് ശതമാനം ഓഫർ എന്നൊക്കെ കാണും ആ എഴുപത് ശതമാനം ഉണ്ടല്ലോ ഇപ്പം മേടിച്ചേക്കാമെന്ന് പറഞ്ഞ് കയറുമ്പോൾ എഴുപത് പോയിട്ട് ഏഴ് ശതമാനം പോലും കാണത്തില്ല ഇനിയും ഉണ്ടെങ്കിൽ തന്നെ അത് ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറയുകയും ചെയ്യും സ്തോത്രം അപ്പം ഞാൻ പറഞ്ഞത് എല്ലാം ഓഫറാണെന്ന് എല്ലാം ഓഫറാണ് സ്തോത്രം ഇങ്ങനെ ഇഷ്ടം പോലെ ഡിസ്കൗണ്ട് ഇട്ട് തരും ചാടി അകത്ത് കയറി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ പറയും ആ ഇന്നലെ വരെ ഓഫർ ഉള്ളായിരുന്നു ഇന്ന് അതിൻ്റെ ഓഫർ കട്ട് ചെയ്തു ഇന്നിപ്പോൾ ഫുൾ പർച്ചേസ് ചെയ്യണം എന്ന് പറയുമ്പം ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ എടുക്കുകയും ചെയ്യും അതാ വേറൊരു രീതി സ്തോത്രം ഈ ട്രിക്ക് ഇവർക്ക് പണ്ടേ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു ശൈലിയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇതല്ലായിരുന്നു സ്മുർണയുടെ കാലഘട്ടത്തിൽ പോളിക്കാർപ്പിനെ പോലെയുള്ള രക്തസാക്ഷികൾ നൂറുകണക്കിന് പോരാ ആയിരക്കണക്കിന് പോരാ പതിനായിരക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായ കാലഘട്ടത്തിൽ രക്തസാക്ഷികൾ രക്തസാക്ഷിത്വ മരണം വരിക്കുന്നത് കണ്ടിട്ട് അവരുടെ രക്തത്തിലൂടെ ചവിട്ടി യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചവരാണ് ഈ സ്മുർണയിലെ സഭ സ്വോത്രം സ്വോത്രം സ്വോത്രം സ്വോത്രം സ്വോത്രം അലലുയ ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ഭൗതിക നന്മയ്ക്കെതിരല്ല ഞാൻ രോഗസൗഖ്യത്തിനെതിരല്ല ഞാൻ പരിഹാരത്തിനെതിരല്ല ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ഇത് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം ഞാൻ ഇത് ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഹാലലുയ്യ എൻ്റെ ചർച്ചിൽ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കൂട്ടായ്മകളിൽ ഞാൻ ഇതിനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും ഇന്നും പ്രാർത്ഥിക്കും പക്ഷേ ഇതിന്റെ ബേസിൽ ആത്മീക ജീവിതത്തെ കെട്ടിപ്പടുക്കരുത് ക്രിസ്തുവിന്റെ മുകളിൽ വേണം ആത്മീക ജീവിതം നയിക്കാൻ അല്ല നിൽക്കാൻ പറ്റത്തില്ല പലതിന്റെ നടുവിൽ ഒരാമയം പറഞ്ഞാട്ടെ ശബ്ദം ഉയർത്തി അലലൂയ്യ സ്വോത്രം സ്വോത്രം സ്വോത്രം ആസിഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു യുവാവിന്റെ കുടുംബം എൻ്റെ പ്രിയരെ രോഗസൗഖ്യത്തിൽ ബേസ് ചെയ്ത് സ്തോത്രം നിൽക്കുകയായിരുന്നെങ്കിൽ ആമേൻ സുവിശേഷത്തിന് വേണ്ടി ആസിഡ് ആക്രമണം ആമേൻ ആസിഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ കുടുംബം വിശ്വാസത്തിൽ നിൽക്കുകയല്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഫെയ്ത്താണ് വാസ്തവത്തിൽ ആവശ്യം സ്മൂർണ സഭയ്ക്ക് അതുണ്ടായിരുന്നു അവരോടാ പറയുന്നത് നിങ്ങൾക്കിന്ന് പ്രശ്നമുണ്ട് പക്ഷേ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ മരിച്ചവനായിരുന്നു ഇന്ന് പക്ഷേ ഞാൻ കല്ലറയ്ക്കകത്തല്ല ഞാൻ മരണത്തെ ജയിച്ച് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന ഊർജ്ജമാണെന്നറിയാം അത് വരുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എനിക്കുണ്ടായിരുന്നു പ്രശ്നം പക്ഷേ ഞാൻ കല്ലറയ്ക്കകത്ത് വെക്കപ്പെട്ടെങ്കിലും കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയില്ല കല്ലറയെ പൊട്ടിച്ച് ഞാൻ പുറത്തു വന്നു സ്വാത്രം ഈ സഭയോടെ പറയുന്നത് സഭയിൽ നിനക്ക് പ്രശ്നമുണ്ടോ ഉണ്ട് പക്ഷെ നീ പേടിക്കണ്ട എനിക്കും ഉണ്ടായിരുന്ന പ്രശ്നം ഞാൻ പുറത്തു വന്നത് സത്യമാണെങ്കിൽ ഞാൻ പുറത്തു വന്നതുപോലെ നിന്റെ പ്രോബ്ലത്തിനകത്തു നിന്ന് നീ പുറത്തു വന്നിരിക്കും ഓ ജീസസ് അതൊരു ദൂതായിട്ട് ഞാൻ പറയുകയാണ് ബൈബിൾ പറയുന്നു യേശു ജീവിക്കുന്നത് കൊണ്ട് നാം ജീവിക്കും യേശു ജീവിക്കുന്നത് കൊണ്ട് നാം ജീവിക്കും ഞാൻ ആത്മാവിൽ പറയാം യേശു ജീവിക്കുന്നു എന്നുള്ളത് യേശു ജീവിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ യേശു ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കും ഓ റാഥാബ ശാന്തൽ ജനാഥന ഒന്നുകൂടെ ഞാൻ പറയാം യേശു ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കും സ്തോത്രം നിങ്ങൾക്കെതിരെ ഏത് വെല്ലുവിളി വന്നാലും യേശു ജീവിക്കുന്നതിനാൽ നിങ്ങൾ ജീവിച്ചിരിക്കും അതാ ഇവിടെ സ്മുർണ സഭയോട് പറയുന്നത് പീഡനമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ മരിച്ചവനായിരുന്നു പക്ഷേ ഇന്ന് മരിച്ചവനല്ല ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ എന്നിട്ട് പറയാ ആദ്യനും അന്ത്യനുമായവൻ ഹാലലുയ്യ ആദ്യനും അന്ത്യനുമായവൻ ഹാലലുയ്യ എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലായിരുന്നവനും ഭാവിയിലായിരിക്കുന്നവനും ഇപ്പോൾ ആകുന്നവനും ഇതാണ് വെളിപ്പാട് ഒന്നിന്റെ നാലിൽ പറയുന്നത് ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ ആദ്യനും അന്ത്യനുമായവൻ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ട സഭയോട് പറയുകയാണ് ഞാൻ അതാണ് സ്തോത്രം ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വന്നേ ഇനിയും ഈ ദൂത് മറ്റൊരു ലെവലിലേക്കൊന്ന് ഒന്ന് തിരിയാൻ പോവുകയാണ് എന്നോടൊപ്പം വരണം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ വായിക്കുന്നു മൂർച്ചയേറിയ ഇരുവായിത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത് എന്തുവാ ഏഴ് നക്ഷത്രം കയ്യിൽ പിടിച്ചവനല്ല ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനല്ല മരിച്ചവനായിരുന്നു ഇപ്പോൾ ഇതാ ജീവിക്കുന്നു എന്ന് പറയുന്നവനല്ല മൂർച്ചയേറിയ ഇരുവായിത്തല വാളുള്ളവൻ അരളി ചെയ്യുന്നത് ഈ മൂർച്ചയേറിയ ഇരുവായിത്തല വാൾ എന്നൊക്കെ നമ്മൾ പറയുമ്പം സ്തോത്രം നമ്മുടെ ഒരു ഒരു ഒരു ഒരു ഒരു പെന്തക്കോസ് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ഉപദേശിക്കിട്ടും വെട്ട് കിട്ടും കേൾക്കുന്ന ജനത്തിനിട്ടും വെട്ട് കിട്ടും നമുക്കാകെ മൂർച്ചേറിയ ഇരുവായ്ത്തല കുറിച്ച് അറിയാവുന്നത് ഇത് മാത്രമാണ് ഇങ്ങോട്ടും വെട്ടും അങ്ങോട്ടും വെട്ടും അങ്ങോട്ടും വെട്ടും ഇങ്ങോട്ടും വെട്ടും ഇത് മാത്രമാണ് നമുക്കറിയാവുന്നത് എൻ്റെ പ്രിയരെ സത്യത്തിൽ മൂർച്ചേറിയ ഇരുവായ്ത്തല വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥം മാത്രം അത് സത്യമാണ് പൗലോസ് തിമത്യോസിനോട് പറഞ്ഞല്ലോ നിന്നെ തന്നെ നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചാൽ നീ നിന്നെ രക്ഷിക്കും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും അപ്പോൾ ഉപദേശിക്കുന്നവനും വിഷയമാണ് കേൾക്കുന്നവനും വിഷയമാണ് രണ്ടുപേരും രക്ഷപ്പെടണം അതുകൊണ്ട് രണ്ടിനെ സൂക്ഷിക്കണം അമേൻ അത് സത്യമാണ് പക്ഷേ അത് മാത്രമല്ല ഈ വാള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാളിന് രണ്ട് സ്വഭാവമുണ്ട് ഇനി വാൾ എന്തുവാണെന്ന് ശ്രദ്ധിച്ചോണം ദൈവവചനമാണ് എഫ് എസ് ആറ് പതിനേഴ് എബ്രായർ നാല് പന്ത്രണ്ട് ഈ രണ്ട് വാക്യങ്ങൾ പറയുന്നു വാളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം ജീവന് ചൈതന്യമുള്ളത് ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും എന്നവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ഇരുവായുത്തല വാളെന്ന് പറയുന്നത് വചനമാണ് ഈ വചനത്തിന് രണ്ട് സ്വഭാവമുണ്ട് ഒന്നാമത്തെ സ്വഭാവം വചനം രക്ഷിക്കുന്നുവെന്ന് ജോസയ എനിക്ക് ഒന്ന് ഒന്ന് ചാറ്റ് ചെയ്ത് ആ ഓക്കെ സ്തോത്രം അല്പസമയം കൂടെ പോകാം ഓർന്നു അല്ലല്ലോ അല്ലേ എനിക്കതിൻ്റെ ആ കാതലായ മെസ്സേജ് പറയാനുള്ള സമയത്തിലേക്ക് ഞാൻ വരുവാണ് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകരുത് ഇറങ്ങിപ്പോയാൽ ഞാൻ മാത്രമല്ല ഇത്രയും പേര് മനസ്സിലാക്കും നിങ്ങൾക്ക് കാര്യമായി എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇനിയും എനിക്ക് പറയാനുള്ളത് ഗൗരവമുള്ള കാര്യമാണ് ഞാൻ എൻ്റെ യാതൊരു വാക്കുകളും ചേർക്കത്തില്ല കർത്താവ് പറയുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത് സ്വത്രം ദയവായി ശ്രദ്ധയോടെ ഇരിക്കണം നമ്മൾ അറിയണം പ്രിയരെ ഇത് നമ്മൾ അറിയണം നമ്മൾ അറിയണം സ്വത്രം ഞാൻ ഈ ഈ മെസ്സേജ് പറയാനുണ്ടായ സാഹചര്യം ഞാൻ പുറകാലെ പറയാം സ്വത്രം അപ്പം ഈ മൂർച്ചയേറിയ ഇരുവായിത്തല വാളുള്ളവൻ അരളി ചെയ്യുന്നത് എൻ്റെ പ്രിയരെ വചനത്തിൻ്റെ രണ്ട് സ്വഭാവം ഒന്ന് വചനം രക്ഷിക്കും വചനം രക്ഷിക്കും നമ്മൾ വചനത്താലല്ലേ രക്ഷിക്കപ്പെട്ടത് ക്രൂശിൻ്റെ വചനം വചനത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ക്രൂശിൻ്റെ വചനം കേട്ടു നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്വോത്രം അപ്പോൾ വചനം രക്ഷിക്കുന്നു രണ്ട് ഈ വചനം ന്യായം വിധിക്കുകയും ചെയ്യും ഇവിടെ ഇരുവായ്ത്തല വാളെന്ന് പറയുന്നത് രക്ഷിക്കുന്നവൻ എന്ന ആശയത്തിലല്ല ന്യായം വിധിക്കുന്നവൻ എന്ന ആശയത്തിലാണ് പെർഗമോസ് സഭ അതിൻ്റെ കാലയളവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം പെർഗമോസ് സഭ കാലയളവ് അതായത് എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റന്റൈൻ മതപരിവർത്തനം നടത്തി അദ്ദേഹത്തോടൊപ്പം ഒരു വലിയ കൂട്ടം കൂടെ മതപരിവർത്തനം നടത്തി നമ്മൾ വിശ്വസിക്കുന്ന മതപരിവർത്തനത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്ന മനപരിവർത്തനത്തിലാണ് മതം മാറ്റമല്ല പേരുമാറ്റവുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം മാനസാന്തരമാണ് യേശുവിനെ കർത്താവായിട്ട് ലോഡ് ലോഡായിട്ട് അംഗീകരിക്കുക ലോഡ്ഷിപ്പ് ഇതാണ് ബൈബിൾ പറയുന്നത് ലോഡ്ഷിപ്പ് സ്തോത്രം അപ്പൊ ഇവിടെ വാള് ന്യായവിധിയെ കാണിക്കുന്നു സഭയോട് പറയുക ഞാൻ ന്യായം വിധിക്കും ഞാൻ ന്യായം വിധിക്കും വാള് ന്യായവിധിയാണോ കാണിക്കുന്നത് അതെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ തെളിവ് തരാം ഒരു നാല് വാക്യമെങ്കിലും പറയാം അത്യാവശ്യം രണ്ട് വാക്യം ഞാൻ വായിക്കാം രണ്ടെണ്ണം പറയാം നിങ്ങൾ നോട്ട് ചെയ്തോ പത്തൊൻപതിന്റെ പതിനഞ്ച് നോക്കിയോ വെളിപ്പാട് പത്തൊൻപത് പതിനഞ്ച് ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു കേട്ടോ കേട്ടോ കേട്ടോ ആരെ വെട്ടാൻ ജാതികളെ വെട്ടാൻ എന്നാ പുറപ്പെടുന്നു കയ്യിൽ നിന്ന് വാളല്ല വായിൽ നിന്ന് വാൾ പുറപ്പെടുന്നു ആ അതാ ഞാൻ പറഞ്ഞു വേടുമായിട്ടാണ് അതിന് ബന്ധം വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ വാൾ ജാതികളെ വെട്ടാനുള്ളതാണത് സ്തോത്രം ഇനിയും പത്തൊൻപതിൻ്റെ ഇരുപത്തൊന്ന് നോക്കിക്കോ ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു എവിടുന്ന് പുറപ്പെടുന്ന വാള വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ അതിനെയാണ് നമ്മൾ വചനമെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർഗമോസിന്റെ സഭയ്ക്ക് കർത്താവ് ഈ ദൂത് പറയുമ്പോൾ മൂർച്ചയേറിയ ഇരുവായിത്തല വാളുള്ളവൻ അരളി ചെയ്യുന്നു എന്ന് പറയുന്നത് അനുഗ്രഹമല്ല ന്യായവിധിയാണ് സ്തോത്രം ഇനി എന്താണ് ന്യായവിധി ഞാൻ പറഞ്ഞ രണ്ട് വാക്യം കൂടെ പറയാമെന്ന് പറഞ്ഞു വെളിപ്പാട് പതിനാല് പതിനാറ് പതിനാല് പതിനഞ്ച് നോട്ട് ചെയ്തോ പിന്നീട് വായിച്ചാൽ മതി എന്തുകൊണ്ട് ന്യായവിധി പെർഗമോസ് സഭയോട് ന്യായം വിധിക്കുന്ന ക്രിസ്തു വെളിപ്പാട് എന്തുകൊണ്ട് പറഞ്ഞു ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ രോഗിയെ സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ഇഷ്ടമാ അല്ലേ ഏ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ഇഷ്ടമാ പക്ഷെ ന്യായം വിധിക്കുന്ന ക്രിസ്തുവിനെ ആർക്കാ ഇഷ്ടം സ്വാത്രം ചിലർ പറഞ്ഞ അങ്ങനെയൊന്നും പറയാൻ പാടില്ല വേണ്ട പറയണ്ട കർത്താവ് തന്നെ പറയുകയാണ് സഭയോട് പറയും ഞാൻ മൂർച്ചയേറിയ വാളുള്ളവനാണ് ഇരുവായ്ത്തല വാളുള്ളവൻ ന്യായവിധിയാണ് എന്തുകൊണ്ട് പർഗമോസ് സഭയോട് ന്യായം വിധിക്കുന്നവനായി ക്രിസ്തു വെളിപ്പെട്ടു അങ്ങനെ സംസാരിച്ചു ഞാൻ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാൻ പോവുകയാണ് ഈ പെർഗമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം പെർഗമോസ് രണ്ടർത്ഥങ്ങളാണ് ഒന്ന് സ്വൈരിണി രണ്ട് പരിണീത ഒന്നുകൂടെ പറയാം ഒന്ന് സ്വൈരിണി രണ്ട് പരിണീത എന്ന് പറഞ്ഞാൽ ഈ ഒരു യുവാവിന് വിവാഹം നിശ്ചയിച്ച അനന്തരം ആ യുവാവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനെ വിവാഹം കഴിച്ചാലുള്ള ഒരു ഒരു രീതി എന്താ അതാണ് സ്വൈരിണി പരിണീത എന്ന് പറയുന്നത് പെർഗമോസ് സഭയിലെ ഒരു കൂട്ടം കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ട് കർത്താവിനെ വിട്ടിട്ട് മറ്റു പലതിലേക്കും പോയപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ നിന്നെ ന്യായം വിധിക്കും സ്തോത്രം മൂർച്ചയേറിയ ഇരുവായിത്തല വാളുള്ളവൻ എന്താ കാര്യം എന്താ കാര്യം ഈ സഭ ലോകവുമായി ഇടകലർന്നു ലോകവുമായി സഭ ഇടകലർന്നു വളരെ ഗൗരവത്തോടെ കേട്ടോണം എന്തുവാ ശരിക്കും സംഭവിച്ചത് എന്താ ശരിക്കും സംഭവിച്ചത് ലോകവുമായി സഭ ഇടകലർന്നു എന്ന് പറയുമ്പം സ്തോത്രം എന്താണ് സംഭവിച്ചത് രണ്ട് കാര്യങ്ങൾ പതിനാലാമത്തെ വാക്യം നോക്കി വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ പതിനാലാമത്തെ വാക്യം എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട് എന്തുവാ കുറഞ്ഞൊരു കുറ്റം ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനട ആചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് ആർക്കുണ്ട് ആർക്കുണ്ട് ഏ പെർഗമോസിനുണ്ട് പെർഗമോസിലെ സഭയ്ക്കുണ്ട് കേട്ടോണേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത സഭയ്ക്കകത്ത് ആര് ബലയാമിന്റെ ഉപദേശം പിടിച്ചോണ്ടിരിക്കുന്നവരുണ്ട് അലലുയ്യ പാടാൻ എല്ലാവരും ഉണ്ടായിരുന്നു ദൈവമേ നിന്മക സ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം എനിക്കാവതില്ലേ അതിനാഴമളം നീടനെത്ര ബഹുലമത് എന്നാ ഗംഭീര പാട്ടാ പാട്ടുണ്ട് ആട്ടമുണ്ട് തുള്ളലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവിടെ വേറൊരു കുഴപ്പമുണ്ട് ബലയാമിന്റെ ഉപദേശം പിടിച്ചോണ്ടിരിക്കുന്നവർ സഭയ്ക്കകത്ത് ആ ബിലയാമി ഉപദേശത്തിന്റെ പ്രശ്നം എന്നാ നോക്കിയേ ഒന്ന് വിഗ്രഹാർപ്പിതം തിന്നണം ദുർനടപ്പാചരിക്കണം അതിന് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ എവിടെയാ പുറപ്പെട്ടതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേള ഒന്ന് നോക്കിക്കോ അത് സംഖ്യാപുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലേക്ക് വരണം സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഇസ്രയേൽ മക്കൾ സിത്തീമിൽ പാർക്കുമ്പോൾ ജനം സ്ത്രീകളുമായി പരസംഗം തുടങ്ങി അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു ഇസ്രയേൽ ബാൽപയോറിനോട് ചേർന്നു യഹോവയുടെ കോപം ഇസ്രയേലിൻ്റെ നേരെ ജ്വലിച്ചു സ്തോത്രം ഇതിനെയാണ് ബിലയാമിൻ്റെ ഉപദേശം എന്ന് വിളിക്കുന്നത് ബിലയാമിൻ്റെ ഉപദേശം ഏ സ്തോത്രം ബലയാമിൻ്റെ ഉപദേശം ഈ ഞാൻ ഇനി അതിൻ്റെ നിങ്ങൾ ആ ഭാഗം കണ്ടതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ചരിത്രം പറയാം ബിലയാം ഇസ്രയേലിനെ ശപിക്കാൻ വട്ടം കൂട്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ബിലയാമിന് മനസ്സിലായി ഇത് തനിച്ചു വാർക്കുന്ന ജനമാണ് ഇവരിങ്ങനെ നിർമ്മലതയിൽ വിശുദ്ധിയിൽ നിന്നാൽ ഇവരെ തൊടാൻ പറ്റത്തില്ല അപ്പോൾ ബിലയാം ബാലാക്കനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമ്മുടെ ഇടയിലെ മോബാബിയ പെങ്കൊച്ചുങ്ങളെ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ ഇറക്കി അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു ഇറക്കി വിട്ടു സ്തോത്രം ഇസ്രയേലിലെ യുവാക്കന്മാർ മോബാബി പെങ്കൊച്ചുങ്ങളുമായി കല്യാണം കഴിച്ചു അതവിടെ സംഖ്യ ഇരുപത്തഞ്ചിൽ പരാമർശിച്ചിട്ടുണ്ട് ഒന്നാം വാക്യത്തിൽ സ കല്യാണം കഴിക്കുക മാത്രമല്ല സ്തോത്രം തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ വിളിച്ചു അവർ അവിടെ പോയി ഭക്ഷിച്ചു അത് തന്നെ ഇവിടെ പറയുന്നത് സ്തോത്രം ഇവരെന്ത് ചെയ്തു വിഗ്രഹാർപ്പിതം തുന്നാനും ദുർനടപ്പാചരിപ്പാനും ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് ആ സഭയ്ക്കകത്ത് ബലിയാമിൻ്റെ ഉപദേശക്കാർ ഞാൻ പറഞ്ഞില്ലേ എന്നോട് പിണങ്ങല്ലേ പിണങ്ങല്ലേ ലോകമയത്വം സഭയ്ക്കകത്ത് ജഡീകത്വം സഭയ്ക്കകത്ത് ഇത് കണ്ടിട്ട് ഹല്ലേലു ആ ഗ്ലോറി പറയുകയല്ലായിരുന്നു അല്ലായിരുന്നു കർത്താവ് ചെയ്തത് സ്വാത്രം കർത്താവ് പറഞ്ഞു നിന്നെ ഞാൻ ന്യായം വിധിക്കും നിങ്ങൾ ഗൗരവത്തോടെ കേട്ടോണം നിന്നെ ഞാൻ ന്യായം വിധിക്കും വിശ്വസ്തരായി ഒരു കൂട്ടം ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയോട് വിശ്വസ്തയോടെ ആരാധിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷം ബലയാമിന്റെ ഉപദേശം കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നവർ അവർ ഉപദേശിയോട് ചോദിക്കുക കുഴപ്പമെന്ന ഇച്ചര അതേലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമെന്ന ആ ഞങ്ങൾ അതിന് പോയാൽ എന്നാ കുഴപ്പം നീ ഏതിനേലും പോ പക്ഷെ ഒരു കാര്യം അറിയണം ന്യായം വിരിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് സ്വോത്രം സ്വോത്രം സ്വോത്രം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു ഗൗരവമുള്ള ദൂതാണ് ഇറങ്ങിപ്പോകരുതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സ്വോത്രം വരുന്നതേ ഉള്ളൂ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ ഞാൻ പ്രസംഗിക്കും സ്തോത്രം നിങ്ങൾ എൻ്റെ പൊന്നച്ച പിന്നെ ജോസാനോടൊന്നും പറയല്ല ഞാൻ എന്താ പ്രസംഗിക്കുന്നതെന്ന് കർത്താവിൻ്റെ അറിയത്തു പോലും ഇല്ല വേണം നിങ്ങൾക്ക് പറയാം നാളെ വിളിക്കണ്ടെന്ന് പറയാം സ്തോത്രം ഇത് സത്യമാണ് ഞാൻ ഈ മെസ്സേജ് സ്തോത്രം പറയാനുണ്ടായ കാരണമുണ്ട് ഞാൻ അടുത്ത സഭയ്ക്ക് ഉള്ള ദൂത് എഴുതുമ്പോൾ അത് ഞാൻ പറയാം സ്തോത്രം ഹലലൂയ ഞാൻ പറയുന്നത് ഇപ്പം ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ പ്രശ്നം ഉള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആമേൻ ഇവിടെ ധാരാളം ദൈവദാസന്മാരുണ്ട് നിങ്ങൾക്ക് പലരെയും കറക്റ്റ് ചെയ്യാൻ പറ്റും ദൈവദാസന്മാരെ സ്തോത്രം നിങ്ങൾക്ക് പലരെയും കറക്റ്റ് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ ഈ മെസ്സേജ് ഒരു പത്ത് ദൈവദാസന്മാരുടെ അകത്തോട്ട് വീണാൽ നിങ്ങൾക്ക് ആ പത്ത് പേരിൽ നിന്ന് നൂറ് പേരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും സ്തോത്രം എൻ്റെ പ്രിയ സഹോദരിയെ ദൈവം നിങ്ങൾക്ക് തന്ന തലമുറയെ പിടിച്ചു നിർത്താൻ പറ്റും നിങ്ങൾക്ക് അതാ ഇതിൻ്റെ പ്രത്യേകത അമേൻ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്നാണ് ചിന്തിക്കുന്നത് ആ പിള്ളേർ ചോദിക്കുക അതിനെന്താ കുഴപ്പം പാസ്റ്റർ എന്തിനാ ഇത്ര മസിൽ പിടിക്കുന്നേ മോനെ ഇത് പാസ്റ്റർ മസിൽ പിടിക്കുന്നതല്ല ബൈബിൾ പറയുന്നതാ ഇത് ആര് മസിൽ പിടിക്കുന്ന ആര് മസിൽ പിടിക്കുന്നതല്ല ബൈബിൾ പറയുന്നു ബൈബിൾ പറയുന്നു ദുർനടപ്പും വിഗ്രഹാർപ്പിതവും ഇതും ദൈവസഭയുമായിട്ട് പറ്റില്ല അത് ബിലയാമിന്റെ ഉപദേശമാണ് നിനക്കിത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോക്കോ മോനെ നീ ബിലയാമിന്റെ ഉപദേശത്തിൽ പോകും ബിലയാമിന്റെ ബുക്കൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല ബിലയാമിന്റെ ഗ്രൂപ്പിന്റെ ഒന്നും കേട്ടിട്ടില്ല പക്ഷേ ഈ ദുർനടപ്പും ദൈവസഭയും ലോകവും കൂട്ടായ്മയും കൂടെ ഒന്നിച്ചു എന്ന് തോന്നുമ്പോൾ ഓർത്തോണം ബലയാമിയ വ്യാപാരം കയറി സ്വോത്രം മനസ്സിലാകുന്നുണ്ട് അതൊരു സ്പിരിറ്റാണ് ബലയാമി സ്പിരിറ്റ് സഭയ്ക്കകത്ത് ബലയാമിൻ്റെ ഉപദേശമുള്ളവർ തീർന്നില്ല വേറൊരു ഉപദേശം കൂടെ അവിടെ ഉണ്ട് വേറൊരു ഉപദേശം കൂടെ അവിടെ ഉണ്ട് പതി പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത് അവണ്ണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് ഉണ്ട് ബിലയാമി ഉപദേശം രണ്ട് നിക്കോലാബിയ ഉപദേശം സ്തോത്രം നിക്കോലാബി ഉപദേശം ഈ നിക്കോലാബി ഉപദേശം നിക്കോലാബോസ് എന്ന് പറയുന്ന സ്തോത്രം ഒരുവന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു മണ്ടൻ ഉപദേശമാണ് നിക്കോലാബി ഉപദേശം ഈ നിക്കോലാബി ഉപദേശത്തിന് പന്ത്രണ്ട് പോയിന്റ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ ദൈവം നമുക്ക് വേണ്ട പഴയ നിയമത്തിന്റെ ദൈവം ക്രൂരനാണ് പുതിയ നിയമത്തിന്റെ ദൈവം മതി പുതിയ നിയമത്തിന്റെ ദൈവം ദയാലുവാണ് സ്തോത്രം ആ പഴയ നിയമത്തിൻ്റെ ദൈവം വേണ്ട പുതിയ നിയമത്തിൻ്റെ ദൈവം മതി രണ്ടാമത്തെ കാര്യം സ്തോത്രം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ സ്വഭാവം മാറ്റാനല്ല നമ്മുടെ ശിക്ഷാപതി മാറ്റാനാണ് മൂന്നാമത്തെ കാര്യം ചെയ്ത പാപത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിനും ചെയ്യാനിരിക്കുന്ന പാപത്തിനും വേണ്ടി യേശു മരിച്ചു അതുകൊണ്ട് എന്നാ ചെയ്താലും കുഴപ്പമില്ല സഭയ്ക്കകത്ത് ശിക്ഷാവിധി ന്യായവിധി എന്നീ കാര്യങ്ങൾ മിണ്ടരുത് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി പന്ത്രണ്ടോളം പഠിപ്പിക്കലുകളാണ് നിക്കോലാബി ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം അവിടെ ഇരുന്നോട്ടെ ആരാധിച്ചാൽ മതി ദൈവസ്നേഹമയനാണ് സ്തോത്രം അതിനെയാണ് യൂണിവേഴ്സലിസം എന്നൊക്കെ പറയുന്നത് എല്ലാവരും പോകുന്ന ഒരു സ്വർഗം ആ നിക്കോലാബി ഉപദേശത്തിന്റെ പാർട്ട ആത്മീക ജീവിതത്തിന്റെ നൈർമല്യതയെ കളങ്കപ്പെടുത്തി ലോകത്തിലേക്ക് സഭയെ വലിച്ചിറക്കുന്ന അധമ വ്യാപാരം നിക്കോലാബി ഉപദേശം അത് പിടിച്ചോണ്ടിരിക്കുന്നവർ നിനക്കൊണ്ട് അവരോടാ പറയുന്നത് നിന്നോട് ഞാൻ പോരാടും എങ്ങനെ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുകൊണ്ട് പവർ ഓഫ് ഗാഡ് എന്റെ പ്രിയപ്പെട്ടവരെ ജഡീകതകളും അനാത്മീകതകളും കണ്ട് ദൈവം മൗനമാകുമെന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ സ്വാത്രം ഈ അടുത്ത ദിവസങ്ങളിൽ എന്നോട് ഒരാൾ ചോദിച്ചു അതെങ്ങാണ് ഒരു തെറ്റാണോ പാസ്റ്ററെ അതെങ്ങാണ് ഒരു തെറ്റാണോ പാസ്റ്ററെ ഏതാണെന്നറിയാമോ ദേവിദാസന്മാരുടെ സ്തോത്രം നേതൃത്വത്തിൽ നടത്തിയ വിവാഹത്തിലെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് സ്തോത്രം വേറെ ഒരു സ്ത്രീയെ കൊണ്ട നടക്കുന്ന മോന്റെ വിഷയത്തിൽ എന്നോട് സംസാരിച്ച് ചോദിക്കുക അതുമല്ല ഒരു തെറ്റാണ് പാസ്റ്ററെ തെറ്റല്ല തെറ്റല്ല അതിൻ്റെ പേരാണ് ബിലയാമി ഉപദേശം സ്തോത്രം നാട്ടുകാർ ചെയ്യുന്നതെല്ലാം തെറ്റ് സ്വന്തം വീട്ടിൽ നടന്നാൽ തെറ്റല്ല സ്വന്തം വീട്ടിലെ പ്രശ്നത്തെ ആത്മീകവൽക്കരിക്കുവാൻ കഴിയുന്ന നമ്മുടെ മനസ്സുണ്ടല്ലോ അതാണ് ബിലിയാമി സ്പിരിറ്റ് അവരോട് പറയുന്നത് നിന്നെ ഞാൻ ന്യായം വിധിക്കും സ്വോത്രം എന്നോട് പണങ്ങല്ലേ ഇത് ഗൗരവമുള്ള മെസ്സേജാണ് കർത്താവ് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഈ സുവിശേഷം ലേഖനം വെളിപ്പാട് ഈ മൂന്ന് ഭാഗങ്ങളെ ശ്രദ്ധിച്ചോണം സുവിശേഷം സുവിശേഷം പ്രഥമഘട്ടമാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ പറഞ്ഞ ഒന്ന് രോഗസൗഖ്യം രണ്ട് മാനസാന്തരം മൂന്ന് കിങ്ഡം ഓഫ് ഗോഡ് ഇത്തരം കാര്യങ്ങളാണ് ഗോസ്ബലിലുള്ളത് പക്ഷെ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലേഖനം നമ്മുടെ ലൈഫ് ചോദിച്ചു ലേഖനം പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ് ഒന്ന് പറഞ്ഞ ലേഖനം മൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് എന്താ പറയുന്നത് നാം ക്രിസ്തുവിനുള്ളവർ നാം നമ്മുടേതല്ല ക്രിസ്തുവിനുള്ളവർ ഒന്ന് പറഞ്ഞ ലേഖനം ആറെന്താ പറയുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാ നാം അവിടുത്തെ ലോഡ്ഷിപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ ഉടമസ്ഥൻ ക്രിസ്തുവാ സ്തോത്രം ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാ അല്ലേ അപ്പൊ ആ ഒരു കൂട്ടത്തോടെ പറയുന്നത് നിനക്ക് പിന്തിരിയാൻ അനുവാദമില്ല നിനക്ക് മടങ്ങിപ്പോകാൻ അനുവാദമില്ല എബ്രാഹിലങ്ങളിൽ പറയുന്നത് എൻ്റെ നീതിമൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറിയാൽ എൻ്റെ ഉള്ളത്തിനവനിൽ പ്രസാദമില്ല നിനക്ക് പിന്മാറാൻ അനുവാദമില്ല നിനക്ക് പിന്തിരിയാൻ അനുവാദമില്ല നീ പിന്തിരിയരുത് അനുവാദമില്ല അതിന് സ്വോത്രം ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത അവരോടാ പറയുന്നത് ഞാൻ ന്യായം വിധിക്കും കണ്ടോ സഭയ്ക്കകത്ത് ബലിയാമി ഉപദേശം സഭയ്ക്കകത്ത് നിക്കോലാബി ഉപദേശം ഇനി നാലാമത്തെ സഭ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം അഞ്ചാമത്തെ പറയുമ്പോഴത്തേനും നിങ്ങൾ മുഷിയും സ്വാത്രം നാലാമത്തെ സഭ അത്യാവശ്യം ആകും നാലാമത്തെ സഭയുടെ കർത്താവ് പറഞ്ഞ വെളിപ്പാട് ശ്രദ്ധിച്ചോ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ളവൻ അരളി ചെയ്യുന്നത് അവിടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് വെള്ളോട്ടിന് സദൃശ്യമായ കാല് അവിടെ ദൈവപുത്രൻ എന്ന പ്രയോഗമുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനെന്നും ദൈവപുത്രനെന്നും വിളിച്ചിട്ടുണ്ട് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പ്രത്യേകതകളാണ് ഒന്ന് ദയാലുവായ മഹാപുരോഹിതൻ രണ്ട് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സഹതാപം തോന്നുന്നവൻ മൂന്ന് ജനത്തിൻ്റെ പാപത്തിന് പ്രായച്ചിത്തം വരുത്താൻ കരുണയുള്ളവൻ നാല് ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ കർത്താവ് ഇതല്ല പക്ഷേ ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം വരുമ്പം മാറും യോഹനാൻ അഞ്ചിൻ്റെ പതിനെട്ട് പറയുന്നുണ്ട് ആമേൻ സ്തോത്രം ഏ ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയെന്നാണ് അപ്പം ദൈവത്തോട് സമനായ ക്രിസ്തു ന്യായം വിധിക്കുന്നവനായി ഇവിടെ വെളിപ്പെടുകയാണ് ഏത് ഘട്ടത്തിലാണെന്ന് ഞാൻ പറയാം സ്വത്ര ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചേ വെളിപ്പാട് രണ്ടിൻ്റെ ഇരുപത് താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് സഭയ്ക്കകത്ത് ആരെ അനുവദിച്ചു ഹലോ സഭയ്ക്കകത്ത് സഭ ആരെ അനുവദിച്ചു ഈ സഭയിൽ കൊച്ചമ്മ അനുവദിച്ചു ഈ സഭയിൽ കൊച്ചമ്മ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ല നമുക്കൊരു മിസ്സിംഗ് ആയിരുന്നു ഓ കൊച്ചമ്മ വരാഞ്ഞുകൊണ്ട് എന്തോ അങ്ങ് മിസ് ചെയ്യുന്നു ഇന്നത്തെ ആരാധന കൊച്ചമ്മ ഇല്ലാഞ്ഞുകൊണ്ട് ഒരു വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു ആ ഒരു അന്തരീക്ഷം അങ്ങോട്ട് വന്നില്ല ഏത് കൊച്ചമ്മ ഈ സഭയിൽ കൊച്ചമ്മ സഭയെ അനുവദിക്കുക സഭയിൽ കൊച്ചമ്മയെ സ്വാത്രം കൊച്ചമ്മ ഡേറ്റ് ഉണ്ടോ ഏത് കൊച്ചമ്മ ഈ സഭയിൽ കൊച്ചമ്മ ഈ സഭയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു സ്ത്രീയാണ് ഉദ്ദേശിക്കുന്നത് അതൊരു വ്യാപാരമാണ് അതൊരു വ്യാപാരമാണ് സ്തോത്രം ഈസബേലിയ വ്യാപാരം അതൊരു വ്യക്തിയിലേക്ക് നോക്കണ്ട അതൊരു വ്യാപാരമാണ് അവൾ എന്താ ചെയ്യുന്നതെന്നറിയോ ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബേൽ സഭ അനുവദിക്കുക എൻ്റെ പ്രിയർ ഈ അനുവദിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഈ മെസ്സേജ് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് നമുക്ക് രോഗസൗഖ്യം പറയാം നമുക്ക് വിടുതൽ പറയാം നമുക്ക് ഉദ്ധാരണം പറയാം നമുക്ക് വാഗ്ദത്തം പറയാം നമുക്ക് ആലോചന പറയാം പക്ഷേ ഇതാര് പറയും ഇതാര് പറയും ഇതാര് പറയും സ്വത്രം ഇതൊരാൾ അറിഞ്ഞാൽ മതിയോ ഒരു കൂട്ടം അറിഞ്ഞാൽ മതിയോ ഒരു സഭ അറിഞ്ഞാൽ മതിയോ ഇതെല്ലാവരും അറിയണ്ടേ കർത്താവും ലോകമയത്വവുമായി യാതൊരു ബന്ധവുമില്ല ഇവിടെ സഭയെ സ്തോത്ര കർത്താവ് നോക്കിയപ്പോൾ ഈസബേലിനെ അനുവദിക്കുന്നു സഭ ഈസബേലിനെ അനുവദിക്കുന്നു തെറ്റിച്ച് കളയുന്ന ഈസബേലിനെ സ്തോത്രം അവളോട് കാർക്കശ്യമായ ശിക്ഷയാ പറയുന്നത് ഞാൻ അവളെ കിടപ്പിലാക്കി കളയും അവളുമായി വ്യഭിചരിക്കുന്നവരെ കഷ്ടത്തിലാക്കി കളയും അവളുടെ മക്കളെ കൊന്നുകളയും ഗൗരവത്തോടെ കേട്ടോ സ്തോത്രം ഏത് ഘട്ടത്തിലാണെന്നറിയും ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും വാക്യം ഇരുപത്തിയൊന്ന് എൻ്റെ പ്രിയരെ ഈസബേലിന് പോലും മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തായിരുന്നു കർത്താവ് അപ്പം നമുക്ക് തരാതിരിക്കുമോ കർത്താവ് ആർക്കും മാനസാന്തരപ്പെടാൻ സമയം കൊടുക്കും ഈസബേലിനും കൊടുത്തു പക്ഷെ അവൾ മാനസാന്തരപ്പെട്ടില്ല അവളോടാ പറഞ്ഞു ഞാൻ കൊന്നു കളയും കർത്താവ് പറയുന്നു അഗ്നിജ്വാലക്കൊത്ത കാണണം നിന്റെ സകല രഹസ്യ പാപങ്ങളെയും നീ മറച്ചു പിടിച്ചതും നീ ഡിലീറ്റ് ചെയ്തതും നീ സിം ഒഴിച്ചു കളഞ്ഞതും നീ email I D mean deactive ചെയ്തതും നീ അക്കൗണ്ടുകൾ ഡീആക്റ്റീവ് ചെയ്ത് എനിക്കറിയാമെന്ന് ഞാൻ കാണുന്നുണ്ട് മറച്ചു പിടിക്കാൻ പറ്റില്ല അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ പറയുകയാണ് മറച്ചു പിടിക്കാൻ പറ്റില്ല ദേ സുവിശേഷത്തിൽ കാണാത്ത സ്തോത്രം ഒരു രൂപമാണ് വെളിപ്പാട് സഭയ്ക്ക് തന്നെ തന്നെ കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നത് ലേഖനത്തിൽ കാണാത്ത ഒരു രൂപമാണ് സഭയെ ന്യായം വിധിക്കുന്ന കർത്താവ് ഇവിടെയാണ് പറയുന്നത് ഒന്ന് ദിവസം നാല് പതിനേഴ് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ പനി വന്നതല്ല ന്യായവിധി സ്തോത്രം ദൈവസഭയ്ക്കകത്ത് വരികയും അനാത്മീക പ്രവണതകളിലേക്ക് പാദം വെക്കുകയും ചെയ്യുന്നവന്റെ നേരെ പുറപ്പെടുന്ന ന്യായവിധി ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്ക് ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ നേരമായല്ലോ സ്തോത്രം അവിടെയാ പറയും നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും നീതിമാൻ പ്രയാസേനയാണ് അല്ലാതെ സ്തോത്രം തെക്കും വടക്കം നടന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ മൂക്കി പഞ്ഞിയും തിരികി വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് സ്തോത്രം ഏ പേർ വിളിക്കുന്ന നേരം കാണുവൻ പേരും എന്ന് പറഞ്ഞ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങ് പോകുന്നൊന്നും ആരും ചിന്തിക്കരുത് പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് പ്രിയരെ ആത്മിക ജീവിതം ഇച്ചിരി ഇച്ചിരി ഇച്ചിരി ഇച്ചിരി അധ്വാനമുള്ളതാണ് സ്തോത്രം ലോകത്തോട് നമ്മൾ അനുരൂപപ്പെടാൻ പാടില്ല അതുകൊണ്ട് തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് രണ്ടിന്റെ പന്ത്രണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഇതിനെ വർജിക്കണം ഈ ഒരാൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ് ഡയബറ്റിക് ആണ് നാനൂറ്റമ്പതുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അമ്മാമ്മ പഞ്ചസാരയും കട്ട് ചെയ്ത് ചോറും കട്ട് ചെയ്തു സ്വോത്രം ഒറ്റ സെക്കൻഡിൽ പഞ്ചസാരയും ചോറും കട്ട് ചെയ്ത് ഇനി തരത്തില്ലെന്ന് പറഞ്ഞു ഹാലലൂയ്യ വർജിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഒറ്റ സെക്കൻഡ് കൊണ്ട് സംഭവം കട്ട് ചെയ്യുക ഭക്തികേട് കട്ട് ചെയ്യണം പ്രപഞ്ചമോഹം കട്ട് ചെയ്യണം വർജിക്കുക അതാ വർജനമെന്ന് പറഞ്ഞിരിക്കുന്നത് കട്ട് ചെയ്യുക ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കുക കട്ട് ചെയ്യുക അതിനെ ക്യാൻസൽ ചെയ്യുക ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകരുത് അതിനെ കട്ട് ചെയ്യുക <laughs> എന്നോട് പണങ്ങല്ലേ ഇത് ദൈവവചനമാണ് ഒന്നും കൂട്ടിയേർക്കാതെ പറയുവാണേ സ്വാത്രം ഹാലലൂയ അതിൻ്റെ കാരണം ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം യോഗനൻ പതിനഞ്ച് പത്തൊമ്പത് പറയുന്നു നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി തന്നെ സ്നേഹിക്കും മെസ്സേജ് മ്യൂട്ടായല്ലോ ഓക്കെ സ്തോത്രം അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് നമ്മൾ ലോകക്കാരല്ല കേട്ടോ അതാ പൗലോസ് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകരുത് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവാം നമുക്ക് കൃത്യതയേറിയ ഒരു വ്യത്യാസം ലോകവുമായിട്ടുണ്ടാകണം നമ്മൾ നോർമലി കേട്ടിട്ടുള്ള ഒരു ഒരു പ്രയോഗം ഉണ്ടല്ലോ വള്ളം വെള്ളത്തിലാണെങ്കിലും വെള്ളം വള്ളത്തിൽ കയറരുത് നമ്മൾ ലോകത്തിലുള്ളവരാണ് പക്ഷേ ലോകക്കാർ ആകരുത് ലോകത്തിലുള്ളവരാണ് ലോകക്കാരാകരുത് ഒരു പക്ഷെങ്കിൽ ഒരല്പം ഹാർഡായിട്ട് ഇന്നത്തെ മെസ്സേജ് തോന്നിയേക്കാം പക്ഷേ എൻ്റെ പ്രിയരെ ഇത് സത്യമാണ് ഇത് സത്യമാണ് അമേൻ ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ച പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതൊന്നുമല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കാം ഒരുപക്ഷെ ഇതിനേക്കാൾ കട്ടിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആമേൻ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ ഒരു ഒരു ഒരു ഒരു ഒരു വാക്ക് പോലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല സത്യമാണിത് നമ്മൾ കർത്താവിനെ എങ്ങനെ അനുഭവിക്കാനിരിക്കുകയാണ് സ്തോത്രം ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ശൈശവദശയുണ്ട് നമുക്ക് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നഴ്സറി വിട്ടിട്ടില്ലേ ഞാൻ കേരള പശ്ചാത്തലത്തിൽ പറയുകയാണ് നഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്ന അക്ഷരമേതാ റാ പണ്ടായിരുന്നു ആ എന്നൊക്കെ പഠിക്കുന്നത് ഇപ്പം ആയല്ല റാ അല്ലേ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന പദം എന്താ തറ പന അല്ലേ വല എളുപ്പമുള്ള അക്ഷരങ്ങൾ എളുപ്പമുള്ള വാക്കുകൾ അതാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നേ സ്തോത്രം എന്തിനാണെന്നറിയോ കുഞ്ഞിന് അത്രയും പ്രായമായിട്ടുള്ളൂ നമുക്കൊരു ശൈശവദശ ഉണ്ടായിരുന്നു പ്രിയരെ അന്ന് ദൈവം നമുക്ക് സ്തോത്ര രോഗസൗഖ്യം തന്നു പ്രശ്നപരിഹാരം തന്നു ആത്മീക ഭൗതിക ഉയർച്ചകൾ തന്നു ദൈവം നമ്മളെ ആദരിച്ചു ഞാൻ ഐ മീൻ ഈ ഒരു ഇപ്പം എൻ്റെ മുന്നിൽ ഒരു ഇരുപത്തിയഞ്ച് ഐ മീൻ വീഡിയോ എങ്കിലും എനിക്ക് കാണാം സ്തോത്രം എല്ലാം കൂടെ ഒരു പത്ത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വീഡിയോ എങ്കിലും വിൻഡോസ് എങ്കിലും ഓപ്പൺ ആണ് സ്തോത്രം ഞാൻ പറയട്ടെ നിങ്ങളാരും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരല്ല നിങ്ങളാരും ഇല്ലായ്മയിൽ ജീവിക്കുന്നവരല്ല ഭൗതിക മണ്ഡലത്തെ എല്ലാം ദൈവം മാറ്റി ഞാൻ ചിന്തിക്കുന്ന കാര്യം പറയാം ഭക്ഷണത്തെ മാറ്റി വസ്ത്രത്തെ മാറ്റി ഇല്ലേ പാർപ്പിടത്തെ മാറ്റി സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുടെ പോലും ഐ മീൻ ശൈലികളെ മാറ്റി ദൈവം നമ്മളെല്ലാം ആദരിച്ചതേ ഉള്ളൂ ആരും പുറമോട്ട് പോയിട്ടില്ല അതൊരു ഘട്ടമാണ് നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിച്ച ഒരു ഘട്ടം നമ്മുടെ കഷ്ടതകളെ ദൈവം പരിഹരിച്ച ഒരു ഘട്ടം ഇന്നും ദൈവം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാടുകയില്ല വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറക്കും ഓരോ വാതിലുകൾ അടയുമ്പോൾ പുതിയ വഴി വഴികളെയും വാതിലുകളെയും തുറന്ന് ദൈവം നമ്മളെ ആദരിക്കുന്നു ദൈവം നമ്മളെ ഓർക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത ഭയങ്കരമാണ് ഇന്നും ഇത് തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആമേൻ പക്ഷെ ഒരു ഘട്ടത്തിൽ ഭൗതികതയെ മാത്രം ലക്ഷ്യം വെച്ച് കർത്താവിനെ അനുദാപനം ചെയ്തെങ്കിൽ ആമേൻ ഒരുവൻ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നത് പോലെ ആത്മീക ജീവിതത്തിന് ശൈശവദശയുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് വളർച്ചയുടെ പടവുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്തോത്രം ആ വളർച്ചയുടെ പടവുകളിലേക്ക് വരുമ്പോഴാണ് ഈ മെസ്സേജ് പ്രായോഗിക പദത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുന്നത് ഹലലൂയ്യ കർത്താവിന് വേണ്ടി നിൽക്കാൻ കർത്താവിൻ്റെ ദാസൻ സാമുവൽ വിൽസം പാടിയൊരു പാട്ടുണ്ടല്ലോ ഇനിയുള്ള ജീവിതം നിനക്കായി ഇനിയുള്ള നാളുകൾ നിനക്കായി ടോട്ടലി സമർപ്പിതമായ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഏകാഗ്രതയുള്ള ഒരു ലൈഫ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ജേക്കബാസ് ചർച്ചിനകത്തായി ഇരിക്കുന്നതെന്ന് ഞാൻ അനുമാനിക്കുന്നത് സ്വോത്രം ചർച്ചിനകത്തിരിക്കുന്ന ജേക്കബാസ് ചെരുപ്പില്ലാതെയാണ് ഇരിക്കുന്നത് ഞാൻ ഞങ്ങളുടെ ചർച്ചിന്റെ സ്റ്റേജിലായിരിക്കുന്നത് ഞാൻ ചെരുപ്പില്ലാതെയാണ് ഇതിനകത്തിരിക്കുന്നത് ഈ ചർച്ച് ആമേൻ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു പവിത്രതയുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ചെരുപ്പിടാതിരിക്കുന്നത് സ്തോത്രം എൻ്റെ പ്രിയരെ കുരുതിനകത്ത് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ബിൽഡിംഗ് എന്നല്ല പറയുന്നത് നിങ്ങൾ മന്ദിരമാണ് ഞാൻ എന്ന് പറയുന്ന മന്ദിരം ഈ ചർച്ചിനെ ഞാൻ പവിത്രതയോടെ സൂക്ഷിക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ ഞാൻ ഈ മന്ദിരത്തെ സൂക്ഷിക്കണം കർത്താവ് അതാണ് ആവശ്യപ്പെടുന്നത് അതാ നമ്മുടെ വിളി അതാ നമ്മുടെ വിളി സ്തോത്രം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം സ്തോത്രം ദേ നമ്മൾ കർത്താവിന് മുൻപിൽ വിശ്വസ്തയോടെ നിൽക്കാമോ നമ്മുടെ കാര്യത്തിലും കർത്താവ് വിശ്വസനായിരിക്കും ഒന്നും മുടങ്ങത്തില്ല ഒന്നും മുടങ്ങത്തില്ല തീഷ്ണതയേറിയ തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങ് ഒരു നന്മ മുടങ്ങത്തില്ല ഇതുവരെ നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങളെ നിങ്ങൾ കണ്ടിരിക്കും സ്വത്രം ഞാൻ കർത്താവിനോട് നിൽക്കാമെന്ന് പറ ഞാൻ കർത്താവിനോട് നിൽക്കാമെന്ന് പറ സ്വത്രം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിൽക്കും ഹാലലൂയ്യ ഇന്ന് രാവിലെ ഞങ്ങളുടെ മോർണിംഗ് പ്രയറിൽ ഞാൻ പറഞ്ഞ മെസ്സേജ് യോഗനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കും നമ്മൾ കൽപ്പനയുടെ പ്രമാണം ഇഷ്ടമല്ല ദൈവസ്നേഹം ഇഷ്ടമാണ് പക്ഷെ കർത്താവ് പറയുന്നു ഞാൻ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും യേശു പറയുക ഞാൻ സ്നേഹത്തിൽ വസിക്കുന്ന കൽപ്പന പ്രമാണിച്ചിട്ടാ എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൽ വസിക്കാം അല്ലേ ലുയ്യ നമുക്ക് കൽപ്പന ഇഷ്ടമല്ല സ്നേഹം ഇഷ്ടമാണ് കർത്താവ് പറഞ്ഞു ഇത് നടക്കുകയല്ല മോനെ ഞാൻ കൽപ്പന പ്രമാണിച്ചാണ് സ്നേഹത്തെ നിൽക്കുന്നത് ആ അല്ലേ ലുയ്യ അതുകൊണ്ട് നിനക്ക് കൽപ്പന പ്രമാണിക്കാതെ നിൽക്കാനൊട്ട് പറ്റത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഒരു വിശുദ്ധമായ വിശ്വസ്തമായ ജീവിതത്തിന് ഉടമകളാകുക നിന്റെ ഭൗതികതയും മാറും നിന്റെ സകല പശ്ചാത്തലങ്ങൾ മാറും നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ മാറും ഒതുക്കാൻ പറ്റില്ല ഏത് വലിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും ഒരു പ്രവാചകനെ ഒതുക്കാൻ ആഹാബ് രാജാവിന് പറ്റത്തില്ലായിരുന്നു പക്ഷെ തൊടാൻ പറ്റിയില്ല ആഹാബ് കിടുങ്ങിപ്പോയി വിറച്ചുപോയി യോഗന നീതിയും വിശുദ്ധിയുള്ള പുരുഷനെന്ന് കണ്ട് ഹേരോദാബ് അവനെ പേടിച്ചെന്നാ വായിക്കുന്നത് ആമൻ നീ വിശ്വസ്തയോടെ നിൽക്ക് നിന്നെ ലോകം പേടിക്കും നിന്നെ പൈശാചിക മണ്ഡലങ്ങൾ പേടിക്കും അമ്മൻ അങ്ങനെ ഒരു കൂട്ടത്തെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥനാ സംഗമത്തിന്റെ ഒക്ടോബർ മാസത്തിലെ മീറ്റിങ്ങിൽ ദൈവം അന്വേഷിക്കുന്നു തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ തീരുമാനിക്കേ ആമേൻ കർത്താവെ വിശ്വസ്തയോടെ ഞാൻ നിൽക്കാം ഞാൻ നിൽക്കാം ഞാൻ നിൽക്കാം വർജിക്കേണ്ടതിനെ വർജിക്കാം ലോകമയത്വം വേണ്ട ഞാൻ നിൽക്കാമെന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട് കണ്ണുകളടച്ചു കണ്ണുകളടച്ചു എല്ലാ അതിരങ്ങളും തുറന്നേ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ സ്തോത്രം കഴിഞ്ഞ ദീർഘസമയങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ ദൈവദിനം പറയുക എനിക്ക് തോന്നുന്നു ജോസയ ഞാനൊരു ഒരു ഗൾഫ് ചർച്ചിൽ പ്രസംഗിച്ചതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ഒരു ദിവസമായത് ബാക്കി എല്ലാം ഒരു മണിക്കൂറാണ് സ്തോത്രം ഇന്നാന്ന് തോന്നുന്നു രണ്ട് മണിക്കൂർ പ്രസംഗിച്ചത് ഞാൻ ഈ രണ്ട് മണിക്കൂറിനകത്ത് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു സ്വാത്ര ഹാലലു ഇത് പ്രസംഗിച്ച് കൊതി തീർക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ സഹോദരങ്ങളെ ഐ മീൻ ആത്മഭാരത്തോട് പറഞ്ഞതാ ദൈവവചനത്തിൻ്റെ നിർമ്മലതയിൽ നിന്ന് പറഞ്ഞതാ വെള്ളം ചേർക്കാതെ പറഞ്ഞതാ കർത്താവെ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട് പറ്റുമെങ്കിലൊന്ന് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ജീസസ് ഹാലലൂയ്യ നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ ആർക്കും പറ്റില്ല എനിക്കും പറ്റില്ല കർത്താവിൻ്റെ ദാസൻ ജോസ്യാനും പറ്റില്ല ആർക്കും പാസ് ജയിലാലിന് പറ്റില്ല ആമേൻ ഏ എബ്രഹാം പി ടി പാസ്റ്റർക്ക് പറ്റില്ല ആർക്കും പറ്റില്ല സ്തോത്രം കെ ഒ പീറ്റർ പാസ്റ്റർക്ക് പറ്റില്ല ഇവിടെയുള്ള ഒരു ദൈവദാസന്മാർക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ പറ്റത്തില്ല തന്നെത്താൻ നമ്മൾ ഒരു ലേഖനത്തിൽ പതിനൊന്നാം അധികത്തിൽ വായിക്കുന്നുണ്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അപ്പം നിന്നെങ്കിൽ പാനപത്രം കുടിക്കുകയും ചെയ്യാൻ നമ്മൾ തന്നെത്താൻ ഒന്ന് ശോധന ചെയ്ത് കർത്താവേ മറ്റാരെ നോക്കണ്ടെന്ന് വേറെ ആരും മാതൃകയാക്കേണ്ട കർത്താവിലേക്ക് നോക്ക് യേശുവേ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു ക്രിസ്തു എന്ന തലയോളം വളരണം കർത്താവിനെ നോക്കാതെ നമുക്ക് തലയോളം എത്താൻ പറ്റത്തില്ല കർത്താവെ വിട്ട് കളയേണ്ടതിനെ ഞാൻ വിട്ട് കളയും ഉപേക്ഷിക്കേണ്ടതിനെ ഞാൻ ഉപേക്ഷിക്കാം ചേർന്ന് പറ്റിയതിനെ ഞാൻ വർജിക്കാം കർത്താവെ എന്നെ സഹായിക്കണേ ഒരു വേള നിങ്ങളുടെ മക്കൾക്കൂടെ വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ ഈ വചനം കേട്ടു ഇതിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കൃപ എനിക്ക് തരണേ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായവരായിരിക്കും ആ എൻ്റെ കൊച്ചു കുഞ്ഞിനെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കാൻ പറ്റുന്ന പ്രായത്തിന് അപ്പുറം പോയി കാണും കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളും ഈ വചനത്തിൻ്റെ നിർമ്മലതയിൽ നിൽക്കാൻ ലോകത്തിലേക്ക് ഇറങ്ങാതെ നിൽക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ശാക്തീകരിക്കണമേ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിര് റാഖാബാല ശന്തലാധനാദല നിങ്ങളൊരു പക്ഷെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഒരു ഓൾട്രകോൾ കോൾ ടൈമിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചാലുണ്ടല്ലോ നിന്റെ തലമുറയ പരിധിക്കകത്തേക്ക് വന്നിരിക്കും ആമേൻ അവന് വരാതിരിക്കാൻ പറ്റുകയില്ല വരാതിരിക്കാൻ പറ്റുകയില്ല വരാതിരിക്കാൻ പറ്റുകയില്ല എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു റഖബാലാബ ഷഖനദാനാബ ചില കുടുംബങ്ങളുടെ അകത്ത് ചില വ്യക്തികളുടെ അകത്ത് ഈ ജീവന്റെ ശക്തി ഈ വചനത്തിന്റെ ശക്തി ഒരു ചങ്ങലക്കൊളുത്ത് പോലെ വന്ന് വീഴട്ടെ ചില തലമുറകളെ സ്വാധീനിക്കട്ടെ ചില സഹോദരന്മാരെ സ്വാധീനിക്കട്ടെ അമീൻ അമീൻ ഒട്ട ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്ന പിന്മാറ്റക്കാരായ ഭർത്താക്കന്മാരുള്ള ആമേൻ സഹോദരിമാരുണ്ടോ പ്രാർത്ഥിച്ചോ കർത്താവേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഈ വചനം ആമേൻ എനിക്ക് കൂട്ടായി തന്ന് ആമേൻ ആ പ്രിയപ്പെട്ടവനിൽ ആമേൻ ക്രിയ ചെയ്യട്ടെ ആമേൻ പ്രാർത്ഥിച്ചാട്ടെ പിന്മാറ്റക്കാരായ മക്കളിൽ അത് ക്രിയ ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വചനത്തിന്റെ ശക്തി അതിന്റെ ജീവൻ അതിന്റെ അതിന്റെ അതിന്റെ അതിന്റെ അതിന്റെ ആ അധികാരം യേശുവിന്റെ നാമത്തിൽ വ്യക്തികളിൽ കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ റാഖാബാനബ ധനബധനഘട ഘനഘനഘന അടകൽ ഘമന ഘടക അത് വ്യാപരിക്കട്ടെ ആത്മശക്തി ആത്മശക്തി വ്യാപരിക്കട്ടെ ദൈവകൃപ വ്യാപരിക്കട്ടെ പിതാവേ അങ്ങനെ ചെയ്യണേ എൻ്റെ യേശുവേ അങ്ങത് ചെയ്യണേ എൻ്റെ കർത്താവേ അങ്ങത് ചെയ്യണേ എൻ്റെ അപ്പ അങ്ങത് ചെയ്യണേ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടായി വരട്ടെ ഓ ബ്ലസ്സഡ് ബി തന്നെ കർത്താവേ ഹാലലൂഹ്യ ഇന്ന് പകലിൽ വലിയ വ്യത്യാസങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ സ്വർഗം അത് ചെയ്യുന്നതിന് നന്ദി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക